Welcome back, everybody. Don't forget to put your attendance, okay? Don't wait till the last minute. Uh, you may fill it before even 15 minutes before, okay? Our next topic is uh, Unit 15, Alternative Sexuality and Sexual Identities. അതിൽ സെക്സ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ് ആൻഷ്യൻ്റ് ഇന്ത്യ മുതൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വരെയുള്ള ഇതിൽ നോക്കുമ്പോൾ സെക്ഷുവാലിറ്റി എങ്ങനെയാണ് ഇന്ത്യൻ കാഴ്ചപ്പാടിൽ കാണുന്നത് നമ്മൾ കണ്ടു തുടക്കം മുതലായാലും ഓരോ പ്രധാനമായിട്ടും ഒരു ഇറ്റ്സ് എ ഗ്രേറ്റർ താപമാണെന്ന് നമ്മൾ കണ്ടു ആൻഷ്യൻ ഇന്ത്യ മുതൽ ഒരു കാലഘട്ടത്തിൽ മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ renaissance of sexual liberalism has occurred amongst the well educated urban population but there is still discrimination and forced marriage incidence amongst the poor. പ്രത്യേകിച്ചത് നോർത്ത് ഇന്ത്യൻ വില്ലേജസിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ കാണുന്നത് ഒരു എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയിൽ അത്രയും ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള വിവാഹം അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ സെക്സ് റിലേഷൻഷിപ്പ് കാണാൻ സാധിക്കുന്നില്ല അധികമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി ലാസ്റ്റ് സെഷനിലൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ്സ് ആണ് Uh, biological aspects. The biology of human sexuality examines the influence of biological factors such as heredity, hormones, and sexual dysfunction. The biological perspective helps to analyze the factors and uh, ultimately aids in understanding them and using them to deal with the sexual problems. Um, uh, sexuality, uh, heredity, hormones, and sexual dysfunction പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു പ്രോബ്ലം ആയിട്ട് ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഹെറിഡിറ്റി പ്രോബ്ലംസ് ഇതൊക്കെ സെക്ഷുവാലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം പലതരത്തിലുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട് ഡി എസ് എം ഫൈവിലും ഫോറിലൊക്കെ നമുക്ക് കാണാം പലതരത്തിലുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ പലപ്പോഴും മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അപ്പോൾ അവർ അല്ലെങ്കിൽ അവർ കോപ്പറേറ്റീവ് ആവുന്നില്ല അതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഉണ്ട് ചിലപ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തേക്ക് റെഫർ ചെയ്ത് വിടേണ്ടതും ആവശ്യമാണ് socio cultural aspects human sexuality സെയിംസ് as part of the social life of humans governed by implied rules of behavior and the status quo. So socio cultural aspect നോക്കുമ്പോൾ ഇത് അതൊരു പാർട്ട് ഓഫ് ലൈഫാണ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി ഒരു ഫാമിലി ആയിരിക്കുക കുട്ടികളായിരിക്കുക അവരുടെ ബിഹേവിയർ ഒരു after marriage and before marriage ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ബിഹേവിയർ എപ്രകാരമായിരിക്കണമെന്നൊക്കെ അത് സോഷ്യൽ കൾച്ചറൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിരിക്കുന്നു Psychological aspects. The psychological aspects of sexuality focus on psychological influences that affect sexual behavior and experiences uh, psychologically വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൈക്കോളജിക്കലി ഒരു വ്യക്തി ബില്ലിംഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മെന്റലി ബില്ലിംഗ് അല്ല ഇമോഷണലി ബാലൻസ്ഡ് അല്ല ഹെൽത്തി മൈൻഡ് അല്ല എങ്കിൽ ഒരിക്കലും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എൻജോയ് ചെയ്യാനോ അത് ഇഫക്റ്റീവ് ആവാനോ സാധ്യത വളരെ കുറവാണ് Sexual identity and gender identity. Sexual identity and gender identity are similar in some ways and in very different in others. both refer to how one thinks of a person. Gender roles refer to the clothing, behaviors, thoughts, feelings, relationships, etc. that are considered appropriate or inappropriate for members of each sex. നമ്മൾ നേരത്തെയുള്ള യൂണിറ്റുകളിലും ഇത് കണ്ടിരുന്നു ജെൻഡർ റോൾസ് എന്താണ് ജെൻഡർ ഐഡന്റിറ്റി എന്താണ് അപ്പോൾ ഇതിനകത്ത് പറയണത് roles refer to the clothing behaviours thoughts ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവളിൽ അവളുടെ സംസാരം ബിഹേവിയർ ഡീലിങ്സ് ഒക്കെ പ്രകാരമായിരിക്കണം അല്ലെങ്കിൽ ആൺകുട്ടി എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആ ഒരു ജെൻഡർ റോളിൽ നിന്ന് സൊസൈറ്റി ആ ഒരു ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതനുസരിച്ച് പെരുമാറുന്നവരെയാണ് സൊസൈറ്റി അംഗീകരിക്കുക അല്ലെങ്കിൽ ഫാമിലീസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രഡീഷണൽ ഫാമിലീസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുക പണ്ടൊക്കെ പറഞ്ഞിരുന്ന പെൺകുട്ടികൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല ഉറക്കെ ചിരിക്കാൻ പാടില്ല വീടിൻ്റെ മുൻവശത്ത് വരാൻ പാടില്ല അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പെൺകുട്ടി എങ്ങനെ ഡ്രസ്സ് ധരിക്കണം വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്നുവെങ്കിലും പെൺകുട്ടി ആൺകുട്ടികൾ എപ്പോഴും പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുക മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെയാണ് പൊതുവെ അപ്പോൾ അതുപോലെ റിലേഷൻഷിപ്പിലും ഫീലിങ്സും തോട്ട്സും ആറ്റിറ്റ്യൂഡും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റി സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ then gender identity refers to how one thinks of one's own gender, whether one thinks of oneself as a man or as a, woman and identity. Sexual identity refers to how one thinks of oneself in terms of whom one is sexually and romantically attracted to, specifically whether one is attracted to members of the same gender as one's own or the other gender than one's own. Sexual identity നമ്മൾ നേരത്തെ കണ്ടതാണ് ഹെട്രോസെക്ഷൽ ബയോ ഹോമോസെക്ഷൽ ബയോസെക്ഷൽ എന്ന് ആ ഒരു ഐഡൻറ്റിറ്റി ഞാൻ എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എൻ്റെ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്താണ് ഞാൻ അട്രാക്റ്റഡ് ആയിരിക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോടാണോ സെയിം സെക്സിനോടാണോ എന്നൊക്കെയുള്ള ഒരു അവയർനെസ് വരുന്നത് ഈ ഒരു സെക്ഷൽ ഐഡൻറ്റിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് definition of the terms use to describe sexual identity straight Narna, heterosexual, are feeling sexual attraction or desire towards only members of the opposite sex. Gay in the feeling sexual attraction or desire towards only members of the same sex can refer specifically to men, but can also encompass both men and uh, women. Lesbian, a, uh, a uh, specific term for gay women, women who have sexual attraction only towards other women. Bisexual biosexual person is attracted to both men and women ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ എക്സാമിനർ എക്സാം എഴുതുമ്പോൾ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസിനെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എഴുതിക്കോളൂ sexual behaviour yes yes sister ഈ ഹോമോസെക്ഷാലിറ്റി അല്ലെങ്കിൽ ഗേ ഓർ ലെസ്ബിയൻ അത് ഒരു സൈക്കോളജിക്കലി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണോ അതോ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഇത് വരുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ സെക്ഷൽ ഓറിയന്റേഷൻ കണ്ടുല്ലോ എന്ത് ഓറിയന്റേഷൻ ആണ് എനിക്ക് കുഞ്ഞുനാളിൽ അതിന് ചിലപ്പോ അതിന് ഒരു തീർച്ചയായിട്ടും സൈക്കോളജിക്കൽ ആസ്പെക്ട് ഉണ്ടാവാം കാരണം ചിലപ്പോൾ അത് പല അതായത് പാരന്റിങ്ങിൽ വരുന്ന ഇതുകൊണ്ടാവാം അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ലവിങ് നേച്ചർ അല്ലെ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കണ്ടുകൊണ്ട് കുട്ടി വളരുന്നതാണെങ്കിൽ ഒരിക്കലും എനിക്കൊരു പുരുഷനെ സ്നേഹിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ പുരുഷനോടുള്ള വെറുപ്പുണ്ടാവാം അല്ലെങ്കിൽ കുഞ്ഞുനാൾ മുതൽ എന്തെങ്കിലും കുഞ്ഞുനാളിലെ എന്തെങ്കിലും സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളാവാം അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് വേരിയേഷൻസ് ആവാം ബയോളജിക്കൽ എലമെന്റ്സ് ആവാം ഇതിലേതെങ്കിലും ഒക്കെ ആകാൻ സാധ്യതയുണ്ട് നോർമലി ഒരു നോർമൽ എന്ന് പറയുമ്പോൾ എന്താ പറയണേ ഹെട്രോസെക്ഷൽ ആണ് സൊസൈറ്റിയും എല്ലാം അംഗീകരിക്കുന്ന ആ ഒരു രീതിയാണ് പക്ഷെ ഒരു ഹോമോസെക്ഷുവാലിറ്റി എന്ന് പോകുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡിഫക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചാവാം ഓറിയന്റേഷൻ ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ ഡെവലപ്പ് ചെയ്യുക പിന്നെ തന്നെയല്ല അവനവന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ഒരു ഐഡന്റിറ്റി ഞാൻ എന്താണ് എന്നുള്ള ലാക്ക് ഓഫ് അവയർനെസ്സും ആവാം പ്രോപ്പർ ഫോർമേഷൻ ഓഫ് ഐഡന്റിറ്റി ആവാം പല കാരണങ്ങൾ വരാം okay okay thank you sister high on 16 intimate relationships behaviour stages of sexuality നോക്കുമ്പോൾ ഫസ്റ്റ് ഓട്ടോ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് വൺ സെൽഫ് സെൽഫിന് ഉള്ള സ്നേഹമായിരിക്കാം homosexuality love of members of same same sex heterosexuality love of members of the opposite sex അത് ഇതിനകത്ത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പറയണത് ഈ ഓട്ടോസെക്ഷുവാൽ സ്റ്റേജ് എന്ന് പറയുന്നത് അത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്നതാണ് ചൈൽഡ്ഹുഡ് മുതൽ child becomes aware of himself for herself as source of sexual pleasure and consciously experiments with masturbation ആ ഒരു സ്റ്റേജ് ചൈൽഡ്ഹുഡിൽ തുടങ്ങാം അത് autosexual stage begins as early as three years of age and continues until the child is about six or seven. although in some children it lasts for a considerably longer period of time. Homosexuality around 7 to uh, 13 uh, ഏജിലാണ് കാരണം ആ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾക്ക് ക്യൂരിയസ് ആവുന്നത് ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് അല്ലെങ്കിൽ സെയിം സെക്സിനെ കുറിച്ചൊക്കെ ക്യൂരിയസ് ആവുന്നത് അത് അവരിലേക്ക് ഇത്തരമുള്ള റിലേഷൻഷിപ്പിലേക്ക് വരാം ദെൻ ഹെട്രോസെക്ഷൽ ബിഹേവിയറെ തീർച്ചയായിട്ടും it about thirteen to fourteen ഇയേഴ്സിൽ ആണ് ഈ ഒരു ഹെട്രോസെക്ഷൽ ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുക സിസ്റ്റർ എനിക്കൊരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ടായിരുന്നു ഈ നോർമൽ സിസ്റ്റർ പറഞ്ഞല്ലോ ഹെട്രോസെക്ഷൽ ആണ് നോർമൽ എന്ന് അപ്പോ ആ ഒരു ഹെറ്ററോസെക്ഷൽ ആണ് നോർമൽ അപ്പോ നമ്മൾ ഇപ്പോഴത്തെ ഒരു ലോ തന്നെ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അബ്നോർമൽ അല്ല എന്നുള്ളത് അതൊരു ചിലപ്പോൾ അത് സിസ്റ്റർ പറഞ്ഞ കണക്ക് തന്നെ ബയോളജിക്കൽ ആയിരിക്കാം അപ്പോ നമ്മൾ പക്ഷെ നമ്മളെ ഒരു കൺസെപ്റ്റ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ ഒറ്റയടിക്കൊന്നും ഇത് ചെയ്യാനും പറ്റുകയില്ല അപ്പൊ അതിനെ അബ്നോർമൽ എന്ന് പറയാൻ പറ്റുമോ സിസ്റ്ററെ കാരണം നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല അല്ല സിസ്റ്റർ ഞാൻ ആ ഒരു സിസ്റ്റർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ബാക്കിയുള്ള അതായത് നോർമൽ ആയിട്ട് ആ ഒരു അങ്ങനെ വരുമ്പോ തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റിയില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചതാണ് ഓക്കെ നോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു വിവാഹ ജീവിതത്തിൽ ഫാമിലി ലൈഫിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഫാമിലിയിലെ വിവാഹ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു റീപ്രൊഡക്ഷൻ ആണ് അല്ലേ അപ്പോൾ അത് ഒരു ഹോമസെക്ഷലിൽ ഉണ്ടാവുന്നില്ല ഫാമിലി ജനറേഷൻസ് ഉണ്ടാവുന്നില്ല കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുമ്പോൾ ഹെട്രോസെക്ഷൽ തന്നെയാണ് അതിൽ നോർമാലിറ്റി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നോർമൽ അബ്നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അബ്നോർമൽ എന്ന് പറയുമ്പോൾ അവനവൻ്റെ പേഴ്സണൽ ലൈഫിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ഫങ്ഷനിൽ ആകുമ്പോഴാണ് നമുക്ക് അബ്നോർമൽ എന്ന ടേം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇത് നോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ as as usual as a common നമ്മുടെ കോമൺ മെജോറിറ്റി ഓഫ് പീപ്പിൾ നമ്മുടെ കൾച്ചർ കൾച്ചർ പിന്നെ മെജോറിറ്റി കൾച്ചർ ഉണ്ട് പിന്നെ മെജോറിറ്റി ഒരു കർവിനുള്ളിൽ ഉൾപ്പെടുന്ന ആളുകൾ ഇത് ഹോമോസെക്ഷൽ എന്ന് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആളുകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് പേഴ്സണലി അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കുമ്പോൾ അവരെ ഒരിക്കലും അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അവർ ചെയ്യാതിരിക്കുന്നില്ല അതൊന്നും അവർക്ക് അതിനൊരു തടസ്സമല്ല പക്ഷെ ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യമാണ് നോർമൽ എന്നുള്ള നമുക്ക് കണക്കാക്കാൻ പറ്റുക തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കൾച്ചറൽ ബേസ് ഉണ്ട് റിലീജിയൻ അതിനൊരു ഘടകമാണ് ഏത് ഇതിൽ നോക്കുവാണെങ്കിലും എന്താ പറയുന്നത് ഒരു ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് പണ്ട് മുതലേ കണക്കാക്കുന്നത് ഇത് പക്ഷേ ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ് അബ്നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബൈ എന്താ പറയുക ട്രാൻസ്ജെൻഡർ ബൈ ബർത്ത് അല്ലെങ്കിൽ അത് അവർ ചിലർ അവരറിയാതെ തന്നെ അങ്ങനെ ഒരു ലൈഫിലേക്ക് വന്നിരിക്കുന്നതാണ് അതൊരിക്കലും അവരതിനൊരു കാരണമാകുന്നില്ല നമ്മൾ കണ്ട ബൈസെക്ഷൽ ഇതൊക്കെയുള്ള ഉള്ള കാര്യങ്ങൾ അംബിഗ്യസ് ആയിട്ടുള്ള ജെനിറ്റൽസോട് കൂടി ജനിക്കുന്നവരൊന്നും ഒരിക്കലും അവർ സ്വയം അറിഞ്ഞുകൊണ്ട് അവർ ആവശ്യപ്പെട്ടിട്ട് ചെയ്തതല്ല ദാറ്റ്സ് അത് അവരുടെ തന്നെ ഒരു അവരങ്ങനെ ആയിത്തീർന്നു എന്നുള്ളത് മാത്രമാണ് ക്ലിയർ ആയോ ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ല അപ്പൊ അങ്ങനെ വരുമ്പോഴും അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ തന്നെയല്ലേ അപ്പൊ നമുക്ക് കാണേണ്ടതും കാരണം ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇടപെടുമ്പോൾ അത്രയും മീൻസ് അത്രയും ഇതോട് കൂടിയിട്ട് അത്രയും കാരണം ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു കേസുകൾ വരുമ്പോൾ നമ്മൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കണം എന്നുള്ള രീതിയിലല്ലേ വരിക അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഇപ്പൊ ഒരു ചെറിയ കുട്ടികളൊക്കെയാണ് ചെറിയ കുട്ടി എന്ന് പറഞ്ഞ ഒരു അഡോളസൻസ് അല്ലെങ്കിൽ യങ് അഡൽട്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഓറിയന്റേഷൻ അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സഹായിക്കാം ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ചെറുതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തൊന്നും എനിക്ക് എൻ്റെ ഒരു ഓറിയന്റേഷൻ ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷെ അതിനുശേഷം അവർക്ക് അതിന് തിരിച്ചു വരണം അല്ലെങ്കിൽ അതല്ല എന്ന് തോന്നിയാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകും അപ്പൊ അതിനു മുമ്പ് അത് തന്നെയാണോ അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കാം ഓക്കെ ഓക്കെ അത് ശരിയാണ് സിസ്റ്റർ അല്ല എങ്കിൽ അതിനകത്ത് നമ്മൾ കൂടുതൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ വ്യൂവിനെ മാറ്റിയെടുക്കാനായിട്ടോ ശ്രമിക്കാനും പാടില്ല എന്നുള്ളത് ഇല്ലില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ ഉള്ള വ്യക്തികൾ വിവാഹം കഴിക്കുമ്പോൾ നോർമൽ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒത്തിരി കപ്പിൾസ് കൗൺസിലിങ്ങിന് വരാറുണ്ട്. അതെ, ചിലപ്പോൾ അതെ, അതെ. പുരുഷനായിരിക്കാം. അപ്പൊ അവർക്ക് അത് അറിയില്ല. അവർക്ക് ഓൾറെഡി അവർക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവരൊരു നോർമൽ വിവാഹ ജീവിതത്തിന് പോകാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഒരു ഫാമിലി ലൈഫിനെ ബാധിക്കുന്ന കാര്യം അഫക്ട് ചെയ്യും. അല്ല അത് ഓൾറെഡി അവർ അവര് തന്നെ അതെ അതെ അതെ സിസ്റ്റർ അതെ ഫാമിലിയിൽ ഒത്തിരി കേസുകൾ എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് ഞാൻ അതുകൊണ്ട് സിസ്റ്ററിന്റെ അടുത്ത് ഇപ്പൊ സിസ്റ്റർ ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ നല്ല കാര്യം അപ്പൊ ഇപ്പൊ ഇപ്പോഴും എനിക്കറിയാം ചില ചില ആളുകള് ചില ഒരു ഒരു ഒരു പെൺകുട്ടി അതായത് വിവാഹം അതായത് നമ്മൾ കല്യാണം കഴിക്കണം പ്രായപൂർത്തിയായാലാണ് അവര് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ കൾച്ചർ എൻ്റെ ഒരു ഡിമാൻഡ് പോലെയാണ് അപ്പോൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു പെൺകുട്ടി പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെയൊക്കെ കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതിരുന്ന എല്ലാവരും ചോദിക്കും അല്ലെങ്കിൽ വീട്ടുകാർക്ക് അതൊരു ഭാരമായിട്ടൊക്കെ തോന്നും അതുകൊണ്ട് തന്നെ ചിലപ്പം അത് ഒഴിവാക്കാനായിട്ട് ഓക്കെ എന്നാൽ പിന്നെ കല്യാണം കഴിച്ചേക്കാം എന്ന് കരുതി കല്യാണം കഴിക്കും പക്ഷെ പിന്നീട് അത് ഒരു മറ്റൊരു ഫാമിലിയേക്ക് അതൊരു പ്രോബ്ലം ആവുന്നു അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അതൊരു പ്രോബ്ലം ആവുന്നു അപ്പൊ എനിക്കറിയാം ഒരു ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അഞ്ച് വർഷം അവർ വിവാഹം വിവാഹിതരായിട്ട് ജീവിച്ചു പക്ഷെ ഒരിക്കൽ പോലും ഈ ആൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ മേത്തൊന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല അവസാനം അവർ ഡിവോഴ്സ് ചെയ്തു അതൊക്കെ പക്ഷെ ഇപ്പൊ അത് ആ മറ്റൊരു വ്യക്തിയോട് ചെയ്യുന്ന വലിയൊരു ചതി പോലെയല്ലേ അപ്പൊ അവർക്കൊരു സെക്കൻഡ് മാരേജ് ആയിട്ടാണ് എപ്പോഴും അവര് കണക്കാക്കുക പത്രത്തിൽ കാണിക്കുന്ന ചില രീതികൾ അവനവന് അതൊരു വിവാഹ ജീവിതം താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകാൻ അത് ഒന്നെങ്കിൽ നമുക്ക് അവര് പാരന്റ്സിനെ ബോധ്യപ്പെടുത്തണം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എനിക്ക് വേറെ ആണ് എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ മെച്ചർ അതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ അത് നല്ലതായിരിക്കും അപ്പൊ അതിന് നമുക്ക് നമ്മളെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിന് നമുക്ക് സഹായിക്കാൻ പറ്റും ഓറിയന്റേഷൻ എനിക്കൊരു കാര്യം തോന്നുന്നു ബൈ ബർത്ത് ആയിട്ട് അവര് ഹോമോസെക്സ്വലോ ഹെട്രോസെക്സ് ആയി ഹോമോസെക്സ്വൽ ആയിട്ട് ഹെട്രോസെക്സ് ആയിരിക്കാം ചില ലക്ഷ്മീൻ ആയിരിക്കാം ഗേ ആയിരിക്കാം ചിലർ വളർന്ന സാഹചര്യത്തിൽ അവർ അങ്ങനെ ആയിട്ടിരിക്കാം ഈ വളർന്നു വന്ന സാഹചര്യത്തിൽ അങ്ങനെ ആയി തീരുന്നവരെ നമുക്ക് കൗൺസിലിങ്ങിലൂടെയും മറ്റുള്ളവരൊക്കെ നമുക്ക് ഹെട്രോസെക്സിലാക്കാൻ പറ്റും ബൈ ബർത്ത് ഇൻ ദയർ ബ്രെയിനില് അവർ അങ്ങനെ തന്നെ ആണെങ്കിൽ പിന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കൊരു ഫീമെയിലിനോട് അട്രാക്ഷൻ തോന്നുന്നത് എന്റെ സ്വാഭാവികം ഞാൻ ഹെട്രോസെക്സ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഗേ ആയിട്ടുള്ള ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീയോട് പറയാണ് നിങ്ങൾക്ക് ഒരു പുരുഷനെ താല്പര്യപ്പെടാനും പറയാൻ നമുക്ക് പറ്റില്ല കാരണം അവരുടെ ബ്രെയിനിൽ അവരുടെ താല്പര്യം ഒരു എപ്പോഴും ഒരു പുരുഷനോടായിരിക്കും അങ്ങനത്തെ ഒരു വ്യത്യാസം കൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അത് മനസ്സിലാക്കണം അത് ഹെറിഡിറ്റി ആണോ അല്ല ബൈ ബർത്ത് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അതായത് ചിലപ്പോൾ ഈ സെയിം സെക്സിലുള്ള വലിയ ഓൾഡർ ആളുകൾ പ്രായമായവര് ചെറിയ കുട്ടികളെ അതായത് സെയിം സെക്സിലുള്ള ചെറിയ കുട്ടികളെ അബ്യൂസ് ചെയ്യും സെക്ഷലി അബ്യൂസ് ചെയ്യും അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്ലഷർ കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും അവർ അത്തരത്തിലുള്ള അവർക്കൊരു ഓറിയന്റേഷൻ അല്ല അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന അതാണ് അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചില ഒത്തിരി കേസുകൾ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അത്തരം ആണ് എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ കിട്ടിയത് എന്ന് മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും മറ്റുള്ളവർക്കും പറയാട്ടാ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം അങ്ങനെ ഒരു second year M S C students ആണ് അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു പ്രൊഫഷണൽ ആണ് കുറച്ചും കൂടി കാര്യങ്ങൾ ആയിട്ട് നിങ്ങൾ ഓൾറെഡി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു കേസ് നമുക്ക് എങ്ങനെ ചെയ്യാം അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാനൊക്കെ നമുക്ക് സഹായിക്കും Okay. Uh, intimate relationships. Uh, intimacy refers to the warm, close feelings of bonding we get when we love someone. Intimacy is a primary human need. Human companionship strongly influences the physical and mental well-being of the couples. അപ്പോൾ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കപ്പിൾ റിലേഷൻഷിപ്പ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുക ആ ഒരു ഇൻറ്റിമസി ഇല്ലാതെ വരുമ്പോൾ റിലേഷൻഷിപ്പ് ഒരിക്കലും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇൻറ്റിമസി ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്കറിയാം പലതരത്തിൽ നമുക്ക് ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും physical intimacy spiritual intimacy intellectual intimacy emotional intimacy അപ്പോൾ അത് പല ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ രണ്ട് കൂട്ടർക്കും ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എല്ലാ ലെവലിലും നമുക്കറിയാം ഒരു സ്ത്രീ സ്ത്രീക്ക് സ്ത്രീതായ ബയോളജിക്കൽ സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട് പുരുഷന് പുരുഷൻ്റെതായ ഡിഫറൻസസ് ഉണ്ട് ഇത് രണ്ടും ഞാൻ മനസ്സിലാക്കി എന്താണ് ഒരു സ്ത്രീയുടെ പ്രത്യേകത എന്താണ് ഒരു പുരുഷന്റെ പ്രത്യേകത എന്ന് പരസ്പരം ഇമോഷണലി അവരെങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതനുസരിച്ച് അവരെ പരസ്പരം സ്നേഹിക്കാനും സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ സാധിക്കും അതുവഴി അവർ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി വളർത്താനും സഹായിക്കും family ties marriage and family usually furnish emotionally security and, uh, and support emotional security and support in our families we generally find our strongest bond നമ്മൾ ലോകത്ത് എവിടെ വെച്ച് നോക്കിയാലും ഏത് എന്താ പറയുന്നത് എവിടെ നോക്കിയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബോണ്ടിങ് ഫാമിലി തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സെക്യൂർ ആയിരിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ ആണ് അതാണ് അവിടെയാണ് ഫാമിലിയുടെ ഒരു പ്രത്യേകത വരിക പക്ഷെ ആ ഫാമിലിയിൽ ഒരു കുട്ടി ജനിച്ച് വളരുമ്പോൾ ആ കുട്ടിക്ക് ആ ഫാമിലിയിൽ ഈ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും പിന്നീട് ഫാമിലിയിൽ നിന്ന് പുറത്തു പോയാലും അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നാലും ഒരിക്കലും ഈ ഒരു സെക്യൂരിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഫാമിലിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അത് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലാണെങ്കിലും കപ്പിൾസിൻ്റെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ ഒരു emotional security and support experience ചെയ്യാനായിട്ട് സാധിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുട്ടിക്ക് കുട്ടി ഇമോഷണലി സെക്യൂർ ആണോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന സാഹചര്യമാണോ ഒരു ഫാമിലിയിൽ ഉള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് marriage and family have become even more important as the source of companionship and intimacy അപ്പോൾ ഈ കമ്പാനിയൻഷിപ്പും ആണ് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി ടൈസിനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ ഒരു ഇൻറ്റിമസി എന്ന് പറഞ്ഞ ഘടകമാണ് love and commitment needs and the man woman relationship ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് love and commitment are closely link to one's intimate relationships the help to create and sustain each other love reflects the positive factors such as caring and attracting that helps the couples to sustain in the relation അപ്പോൾ ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലാണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ commitment reflects the stable factors including not only love but also obligation and social pressure that helps maintain the relationship for the better or for worse though love and commitment are related they are not necessarily connected it possible to love someone without being committed അപ്പോൾ കമ്മിറ്റ്മെന്റ് ആൻഡ് ലവ് അത് കണക്റ്റഡ് ആണ് എവിടെ ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ് വളരെ കണക്റ്റഡ് ആണ് അവിടെ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അതിനൊരു ഒബ്ലിഗേഷൻ വരുന്നില്ല അതിൽ റെസ്പോൺസിബിലിറ്റി വേണമെന്നില്ല എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷെ ലവ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ഏത് റിലേഷൻഷിപ്പിലും ഈവൻ ലവേഴ്സിന്റെ ഇടയിലും ലവ് റിലേഷൻഷിപ്പ് ഉണ്ട് അതൊരു നീഡാണ് പക്ഷെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം എന്നില്ല commitment is a important component of intimate love because it is a determination to continue a relationship or marriage in the face of bad times as well as good time it is based on conscious choice rather than feelings love എന്ന് പറയും ലവ് മാത്രമല്ലെങ്കിൽ അവിടെ ഒരു ഫീലിങ്സ് ലെവലിലാണ് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല കോൺഷ്യസ് ചോയ്സ് ഇല്ല അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് ആണ് കപ്പിൾസ് തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് അത് പ്രത്യേകിച്ച് ഒരു വിവാഹ ജീവിതത്തിലൂടെ ആ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ് ആ കമ്മിറ്റ്മെന്റ് വഴിയായിട്ട് പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല അത് ഏതൊരു സിറ്റുവേഷനിലായിട്ടും ഗുഡ് ഓർ ബാഡ് സ്ട്രഗിൾസിലാണെങ്കിലും നല്ല സമയങ്ങളിലാണെങ്കിലും ഹാപ്പി മൊമെന്റിലാണെങ്കിലും ഒരുമിച്ചായിരിക്കാൻ കമ്മിറ്റ്മെന്റ് കപ്പിൾസിനെ സഹായിക്കുന്നു commitment is a promise of a shared future future, promise to be together come what may എന്ത് തന്നെ വന്നാലും ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് ലെവൻ കമ്മിറ്റ്മെന്റിലേക്ക് നോക്കുമ്പോൾ ചിലപ്പം ലവ് മാരേജസ് ലവ് മാരേജസ് ഒരു മാരേജ് ലൈഫിലേക്ക് കടക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് ചില ചില വർഷ ചിലർ വർഷങ്ങൾ അഞ്ചും ആറും വർഷങ്ങൾ സ്നേഹത്തിലായിരിക്കുന്നു അവർ സ്നേഹിക്കുന്നു പക്ഷെ അതിനുശേഷം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കുറച്ചും കൂടി സീരിയസ് ആവുന്നു റെസ്പോൺസിബിൾ ആവുന്നു കമ്മിറ്റ്മെന്റ് ചെയ്യുന്നു അപ്പോൾ അവിടെയാണ് ഒരു റിയൽ ആയിട്ടും എത്രമാത്രം ഞാൻ കമ്മിറ്റഡ് ആണ് എത്രമാത്രം എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഉറപ്പാണ് അപ്പോൾ ചില ചിലപ്പോഴൊക്കെ അറേഞ്ച്ഡ് മാരേജ് ഓഫ് കോഴ്സ് നമുക്ക് അറിയത്തില്ല പരസ്പരം അറിയുന്നത് വിവാഹത്തിന് ശേഷമാണ് അപ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്താണെങ്കിലും രണ്ട് കൂട്ടരും ബോധപൂർവം ഏറ്റെടുക്കാനുള്ള ഒരു മൈൻഡ് ഒരു വില്ലിങ്നെസ് ഉണ്ടാവുന്നു ഉണ്ടാവുന്നില്ലെങ്കിൽ അവരത് പിന്നീട് സെപ്പറേഷനിലേക്ക് ഡിവോഴ്സിലേക്ക് പോകുന്നു ഇനി സ്നേഹിച്ച് ഒരു ലവ് മാരേജ് വെച്ച് നോക്കുമ്പോൾ വിവാഹത്തിന് മുമ്പാണെങ്കിൽ അവർ ഓർക്കും എന്തൊക്കെ തന്നെയാണെങ്കിലും ഏത് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ പറയും പക്ഷേ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഈവൺ നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്വഭാവം പരസ്പരം തിരിച്ചറിയുന്നു സിറ്റുവേഷൻസ് മാറുന്നു എല്ലാം ആകെ കഴിയുമ്പോഴും അവിടെ എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു സെപ്പറേഷൻ ഉണ്ടാവുന്നു ഡിവോഴ്സ് ഉണ്ടാവുന്നു ചിലപ്പോൾ എത്ര നാൾ പരസ്പരം അറിഞ്ഞു എന്ന് പറഞ്ഞാലും ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വന്നാൽ അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുവെന്ന സാധിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ ഇത് എത്രയാണെങ്കിലും ഇറ്റ്സ് എ നീഡ് ഏതൊരു പുരുഷനും ഒരു സ്ത്രീക്കും ഈ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഒരു നീഡാണ് ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാതെ പോകുമ്പോൾ അതിൻ്റെതായ ഫ്രസ്ട്രേഷൻസ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഫീലിങ്സ് ഒക്കെ അതാത് വ്യക്തികൾ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ കൊഹാബിറ്റേഷൻ കൊഹാബിറ്റേഷൻ എന്ന് പറയുമ്പോൾ it's a technical sense of sense of cohabitation refers to individual sharing living arrangements in an intimate relationship whether these individuals are married or unmarried cohabitation refers to relationships in which unmarried individuals live together and are sexually involved അപ്പൊ അവർക്ക് അവിടെ കമ്മിറ്റ്മെന്റ് uh, ഇല്ല ഒരുമിച്ച് ജീവിക്കുന്നു ആ ഒരുമിച്ച് ജീവിക്കാൻ കൊഹാബിറ്റേഷൻ സഹായിക്കുക ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റും ഓക്കെ വ്യക്തിത്വങ്ങൾ തമ്മിൽ മാച്ച് ആവുന്നുണ്ട് സ്വഭാവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഫിനാൻഷ്യലി എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ പിന്നീട് വിവാഹം എന്ന ലീഗലി വിവാഹത്തിലേക്ക് കടക്കാം കടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ ജീവിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല എങ്കിൽ സെപ്പറേറ്റ് ആവാനും ഈ ഒരു കൊഹാബിറ്റേഷൻ സിറ്റുവേഷനിൽ എളുപ്പമുണ്ട് ഇഫക്ട്സ് ഓഫ് കൊഹാബിറ്റേഷൻ അല്ലെങ്കിൽ അതിൽ വ്യത്യാസം എന്താണ് വിവാഹം എന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നതും അല്ലെങ്കിൽ കൊഹാബിറ്റേഷൻ സിറ്റുവേഷനിലായിരിക്കുമ്പോഴും നമ്മളുടെ വ്യത്യാസം different commitments living together tends to be more transitory than marriage എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആളുകൾക്ക് സ്ത്രീക്കും പുരുഷനും സെപ്പറേറ്റ് ആവാം when a couple lives together their primary commitment is to each other each other മാത്രമല്ല ഒരു ഫാമിലിയോടോ സോഷ്യൽ സെറ്റിങ്ങിനോടോ ഒന്നും അവർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല as long as they feel the love each other they will stay together in marriage the couple Makes a commitment not only to each other but to their marriage and the എൻ്റെ ഫാമിലി അതാണ് അവിടെ കമ്മിറ്റ്മെന്റ്സിലുള്ള വ്യത്യാസം finances striking difference between <coughs> cohabiting and married couples is the pooling of money as a symbol of commitment. Uh, among uh, most cohabiting couples, money is not pooled. In fact, one of these reasons couples cohabit rather rather than marry is to maintain a sense of financial independence. വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ മാരേജിൽ അവർ രണ്ടുപേരും ഏൺ ചെയ്യുന്നവരാകും അവർ ഒരുമിച്ച് മണി ഷെയർ ചെയ്യുന്നു യൂസ് ചെയ്യുന്നു പക്ഷേ ഒരു കോഹാബിറ്റേഷനിൽ അവർ പരസ്പരം അവർക്ക് ഒരു അവരുടെ ഏർണിങ്സ് അല്ലെങ്കിൽ മണി ഫിനാൻസ് ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല <clears throat> പക്ഷേ ഇപ്പോൾ ഉള്ള ചില ഫാമിലികളിൽ ചിലര് ചുരുക്കം ചിലരൊക്കെയും അറിയില്ല ഹസ്ബൻഡിന് എന്ത് സാലറി കിട്ടുന്നു അല്ലെങ്കിൽ വൈഫിന്റെ സാലറി എത്രയാണ് അവരത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പരസ്പരം അറിയാത്ത അതിനെ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാത്തവർ പരസ്പരം പറയാത്തവരൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ പല പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് work the man is not expected to support his partner in habiting relationship and the woman spends less time on house work than their married peers മാരേജിൽ രണ്ട് കൂട്ടർക്കും ഒരുപോലെ കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കുന്നവർക്ക് കൂടുതൽ വർക്കുണ്ട് എല്ലാ രീതിയിലും പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഒരു കൊഹാബിറ്റേഷനിൽ ആ ഒരു ആവശ്യം വരുന്നില്ല സൊസൈറ്റിയിൽ സപ്പോർട്ട് എപ്പോഴും ലെസ് സപ്പോർട്ടായിരിക്കും കൊഹാബിറ്റേഷനിൽ ഉണ്ടാവുക കാരണം നമ്മുടെ അതൊരു കൾച്ചറിൻ്റെ കൾച്ചറിൻ്റെ പ്രത്യേകതയാണ് വിവാഹം വിവാഹിതരായ കപ്പിൾസിനെയാണ് സൊസൈറ്റി കൂടുതലും അംഗീകരിക്കുക അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് കൂടുതലും കിട്ടുക മാരേജ് കപ്പിൾസിന് തന്നെയായിരിക്കും extra marital sexuality marital sex consist of sexual interaction that take place outside the marital relationship. The fundamental assumption in marriage is that each person remains the other's exclusive intimate partner in terms of both emotional and sexual intimacy. Uh, extra marital uh, sexuality ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നണ ഒരു പറഞ്ഞു കേട്ടിട്ടുള്ളതും അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഒക്കെ കുറേ ഒരു മെജോറിറ്റി ആളുകൾക്ക് കുറേയൊക്കെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അത് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് തന്നെയില്ല പക്ഷെ ഒരു ഒരു ലവ് റിലേഷൻഷിപ്പ് സ്ത്രീക്കോ പുരുഷനോ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് തന്നെ അവരുടെ ഫാമിലിയെ കുറിച്ച് എന്താ പറയുന്നത് വീക്കാക്കുന്ന ഒരു കാര്യമാണ് കാരണം ചിലപ്പോൾ അവരുടെ ജോബിനെ പ്രത്യേകതയാവാം ജോബ് ഓറിയന്റേഷൻ ചിലപ്പം ഹസ്ബൻഡ്സ് ആ ഒരു രീതിയിൽ ചിലപ്പം കുറച്ചും കൂടി വിശാലമായ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പോസിബിലിറ്റീസ് കിട്ടുന്നു സ്ത്രീക്ക് പക്ഷേ കിട്ടുന്നില്ല പക്ഷെ പുരുഷനെ സംബന്ധിച്ച് അത് അതിനാൽ തന്നെ അവനതൊരു സാറ്റിസ്ഫാക്ഷൻ ആവാം പക്ഷെ ആ ഒരു അവന് അവൻ്റെ ജോലി അല്ലെങ്കിൽ അവന് ഒരു വിശാലമായ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു തൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു ആവശ്യം ചിലപ്പോൾ തോന്നണമെന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കെയർ ചെയ്യണമെന്നില്ല അതിന്റെ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നില്ല അത്തരം കേസുകളിൽ അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവൾ എക്സ്പെക്റ്റ് ചെയ്യണത് തൻ്റെ ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിന് സ്നേഹം കെയർ ഇൻറ്റിമസി ഒക്കെ അപ്പോൾ അത് ഇവിടെ കിട്ടാതെ വരുമ്പോൾ അവൾക്ക് ഓട്ടോമാറ്റിക്കലി മറ്റൊരു പുരുഷനുമായിട്ട് റിലേഷൻഷിപ്പിലാവാൻ ഉള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഈ ഒരു രീതി നമ്മൾ ഫാമിലികളിൽ കാണുമ്പോൾ ഇപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറെ കണ്ടുകിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള അതിനുള്ള സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ വരികയും ബേസിക്കലി കുടുംബത്തെയാണ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെയാണ് അത് ബാധിക്കുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാട്ടോ എക്സ്ട്രാ മാറ്റർ കുറിച്ച് ഇന്നത്തെ ലൈഫിൽ ഇന്നത്തെ സിറ്റുവേഷൻ ഇത് ഇതെങ്ങനെ സംഭവിക്കുന്നു അത് ഉണ്ടോ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് ഫാമിലി ലൈഫിനെ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സിസ്റ്റർ ഒരു ഡൗട്ട് മാത്രമാണ് നമ്മൾ ന്യൂസിലേക്ക് ഇറക്കി കേൾക്കാറുണ്ട് മാരി മാരി ചെയ്ത് കഴിഞ്ഞ സ്ത്രീ പുരുഷനെയും കുട്ടീനെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നു പിന്നെ അവരോട് ചോദിക്കുമ്പോൾ അത് ന്യൂസിലായിട്ട് പറയുന്നതാണോ എന്നറിയില്ല അങ്ങനെ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഫാമിലി നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ന്യൂസ് കേൾക്കുന്നു സോ അത് അത് അപ്പോൾ അത് ഇവിടെ ഫാമിലിയിൽ അങ്ങനെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ സൈക്കോളജിക്കലി അങ്ങനെ എഫക്ട് ചെയ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് അവർ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും അങ്ങനെ ന്യൂസിൽ പറയണതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തെങ്കിലും കാരണമില്ലാതെ ഒരു സ്ട്രോങ് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തന്നെ ഹസ്ബൻഡിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോവുക എന്നൊക്കെ പറയുന്നത് അതൊരു ലോജിക്കായിട്ട് എനിക്ക് തോന്നണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള റീസൺ ഉണ്ടാവാം എന്ന് തോന്നുന്നു തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിവും വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം അങ്ങനെ തന്നെ ആയിരിക്കാം സിസ്റ്റർ പക്ഷെ അതിനകത്തും ചിലപ്പോ ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിലും നമ്മൾ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും കാണാറുണ്ടല്ലോ അപ്പോൾ ഇപ്പൊ ഹിസ്റ്റിയോണിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ലവ് അറ്റൻഷൻ കെയറിങ് ഇതൊക്കെ കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ചിലപ്പോ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്ന് അത് ആയിട്ട് അത് ചിലപ്പോ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കാം അതല്ല ചില കേസുകളിൽ ഇങ്ങനെയും ഞാൻ കാണാറുണ്ട് അതായത് ഹിസ്റ്റിയോണിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള സ്ത്രീകൾക്ക് എത്ര സ്നേഹം കിട്ടിയാലും അത് സ്നേഹം കിട്ടി കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് അതുകൊണ്ട് അതായത് ആ ഒരു സ്നേഹത്തിന്റെ അളവ് അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്നെ ഹസ്ബൻഡ് കെയർ ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു തോന്നലിൽ നിന്ന് അതിനകത്ത് ചിലപ്പോൾ ഹസ്ബൻഡ് ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും ഉണ്ടാകാം എങ്കിൽ പോലും ആ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത കൊണ്ട് ചിലവര് ഇപ്പോൾ അല്ല ഒരു ചില ഹസ്ബൻഡ്സിനെ അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് സ്ത്രീകൾക്കാണെങ്കിൽ ഈ ഒരു പ്രകടിപ്പിക്കണം അങ്ങനെയുള്ളത് കൂടുതലുള്ള ആളുകളിൽ ഹിസ്റ്റോണിക് ആയിട്ടുള്ള കേസുകളിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലും കാണാറുണ്ട് ഞാൻ അങ്ങനത്തെ കേസുകളിൽ ആ തീർച്ചയായിട്ടും ഇതിൽ തന്നെ ആ ഒരു ഡിഫറൻസ് പേഴ്സണാലിറ്റി ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുരുഷന്മാരെ സംബന്ധിച്ച് നമുക്ക് അവരുടെ ഒരു ഒരു സൈക്കോളജി നോക്കുമ്പോൾ അവർ ഡിറക്റ്റ് ആണ് സ്ത്രീ നമ്മൾ പറയും ഓൾവേസ് അവർ ഇൻഡയറക്റ്റ് ആണ് അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് അവരെ സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നെ എൻ്റെ അടുത്തിരുന്നില്ല എന്നോട് സംസാരിച്ചില്ല എന്നെ കെയർ ചെയ്തില്ല എന്നുള്ള കാര്യം അവളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ പുരുഷനെ സംബന്ധിച്ച് അവനെ കെയർ ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുക എന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അപ്പോൾ അവര് ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് മനസ്സിലാക്കാൻ പലപ്പോഴും പുരുഷന്മാർ അതിനുള്ളൊരു അതിനുണ്ട് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയോ അതിനുവേണ്ടി ശ്രദ്ധിക്കുകയോ ചെയ്യാനുള്ള കാരണം അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോണിക് ആയിട്ടുള്ള ആളുകൾ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീ എപ്പോഴും ആവശ്യപ്പെടുന്നത് അവളുടെ ബൈ സൈക്കോളജിക്കൽ അവളുടെ ഒരു നീഡ് എപ്പോഴും നമ്മൾ കണ്ടു ആൻഷ്യൻ ടൈംസ് മുതൽ അല്ലെങ്കിൽ സ്ത്രീയുടെ തുടക്കം മുതൽ നമ്മൾ കാണുന്നത് സ്ത്രീക്ക് എപ്പോഴും ഒരു പുരുഷന്റെ സ്നേഹവും കെയർ വേണം അല്ലെങ്കിൽ അവൾ സെക്യൂർ ആണെന്നുള്ള ഫീലിംഗ് വേണം അതിന് അവൾക്ക് കുറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ഒരു ചെറിയൊരു വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമ്മാനം ഇതൊക്കെ മതി അവൾക്ക് എന്നെ ഇയാളെ സ്നേഹിക്കുന്നു എന്ന് തോന്നാനായിട്ട് പക്ഷെ അത് പുരുഷന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഇതെന്താണ് ഒരു തമാശയായിട്ടോ അതൊരു സീരിയസ് ആയിട്ടോ തോന്നാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് സ്നേഹം കിട്ടുന്ന അല്ലെ അവളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാൻ അതിലേക്ക് ഒരു ചായ്വ് ഉണ്ടാകാൻ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ ഏറെയാണ് ചിലപ്പോൾ എനിക്കറിയാം പല കേസുകൾ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു കോംപ്ലക്സ് സ്ത്രീ കുറച്ച് കുറച്ച് മോർ എന്താ പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ് പുരുഷന്മാർ കുറച്ച് ഏജ് ഡിഫറൻസ് കുറച്ച് ഏജ് കൂടുതലാണ് അല്ലെങ്കിൽ എനിക്ക് അത്ര എൻ്റെ സ്വഭാവത്തിലുള്ള പ്രത്യേകത എൻ്റെ അഗ്രസീവ്നെസ് അല്ലെങ്കിൽ കാണാനുള്ള ഞാൻ അത്ര ഹാൻസം അല്ല എന്നൊക്കെയുള്ള ചില കോംപ്ലക്സ് സ്ത്രീയുടെ ഉള്ള പെരുമാറ്റത്തിൽ ഫ്രീ ആയിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് മിങ്കിൾ ചെയ്യാൻ ചിലപ്പോൾ ചില പുരുഷന്മാർക്കൊക്കെ ഒരു ബ്ലോക്കായിട്ട് തോന്നാറുണ്ട് പക്ഷെ എന്നിരുന്നാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പേഴ്സണാലിറ്റി ഡിഫറൻസസ് വരുമ്പോൾ ഒരു മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ചായാൻ സാധ്യത ഏറെയാണ് പക്ഷെ സൈക്കോളജി ഡിഫറൻഷ്യൽ സൈക്കോളജിയുടെ പ്രകാരം ഒരു സ്ത്രീക്ക് ഒരേ ഒരു സമയം ഒരു പുരുഷനെയാണ് അത് അവരുടെ അവളുടെ ലവറാവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുക അത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന കൗൺസിലിംഗ് കേസസ് തന്നെയാണെങ്കിലും ചിലപ്പോൾ അതായത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നൊരു കേസാണ് ഞാൻ അത് എപ്പോഴും ഓർക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബേസിൽ ചിന്തിക്കുമ്പോഴെപ്പോഴും ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് ആ ഒരു പെൺകുട്ടി അവള് ഭാര്യയും ഭർത്താവും തമ്മിൽ എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് സിക്സ് ഏജിന്റെ ഇയേഴ്സിന്റെ വ്യത്യാസമുണ്ട് ഈ പെൺകുട്ടി കുറച്ച് സ്മാർട്ടാണ് അവള് കാണാൻ നല്ല ഭംഗിയുണ്ട് മനുഷ്യനാണ് ജോലി ചെയ്യുന്നു വളരെ ഡയറക്റ്റ് ആണ് അത്തരം ഒരു കാര്യത്തിൽ അപ്പൊ ഈ പെൺകുട്ടി അവൾ വളരെ നന്നായിട്ട് പത്ത് പന്ത്രണ്ട് വർഷം നന്നായിട്ട് സ്നേഹിച്ച് ജീവിച്ചിരുന്ന ഒരു ആളുകളെ പെട്ടെന്ന് ഒരു സുപ്രഭാതം മുതൽ ഈ ഹസ്ബൻഡിനോട് ഒരു ഭയങ്കര ദേഷ്യം കാണിക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡ് അവളുടെ ശരീരത്തിൽ തൊഴാൻ പോലും ഒന്ന് കിസ് ചെയ്യാൻ പോലും അനുവദിക്കാതിരിക്കുന്ന ഒരു പ്രോബ്ലം വന്നപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നാണ് അപ്പൊ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു എൻ്റെ എന്തേ എന്തേ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അപ്പോൾ ആദ്യം പറഞ്ഞത് ചേട്ടന് സ്മാർട്ടല്ല അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ നോക്കുന്നു അപ്പോൾ എന്നെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നു അപ്പോഴൊന്നും അതിനോട് പ്രതികരിക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ചേട്ടനോട് ദേഷ്യം എന്നാണ് അവൾ പറഞ്ഞത് പക്ഷെ പിന്നീട് നെക്സ്റ്റ് സെഷനിൽ അവൾ അത് ഇത് മനസ്സിലാക്കാൻ പറ്റി അവൾ അവൾക്ക് വേറൊരു ആളോട് സ്നേഹം ഉണ്ടായിരുന്നു അവർ വേറെ റിലേഷൻഷിപ്പിലായിരുന്നു അവൾക്ക് അപ്പോൾ അവൾക്ക് സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ മൈൻഡ് ആരുമായിട്ടാണോ കണക്റ്റഡ് ആയിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടാണ് മെന്റൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ വളരെ പെരിഫറലായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് പല വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം അത് ഒരു ജെനുവിൻ കേസാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി പറയുന്നതനുസരിച്ച് ആ ഒരു രീതിയാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കാൻ കഴിയുക അപ്പൊ ഇപ്പോഴത്തെ ഒരു കേസുകളിൽ നമുക്കറിയാം നമ്മൾ പലരും പല കേസുകൾ നമ്മൾ കേൾക്കും നമ്മുടെ കേരളത്തിൽ തന്നെ കേൾക്കുന്ന പോലെ പല ആളുകളുമായിട്ട് പല ആളുകളുമായിട്ട് ഒരു സ്ത്രീക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് അതൊക്കെ ഒരു അതിനൊക്കെ പിന്നിൽ പല ഇന്റൻഷൻ ഉണ്ടാകും നമ്മളൊരു എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത തരത്തിലുള്ള വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ സിസ്റ്റർ ഇപ്പം പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് സക്സസ് ആവാതെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ റിലേഷൻഷിപ്പ് പോകുമ്പോഴും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അതിനകത്ത് ഉണ്ടാവാലോ എന്റെ മുന്നിൽ ഒരു കേസ് വന്നതാണ് അവർക്ക് കുട്ടി നാല് കുട്ടികളുണ്ട് ഹസ്ബൻഡും ആണ് പക്ഷെ അവർക്ക് യാതൊരുവിധ താല്പര്യമില്ല ലൈഫിനോട് അവര് കുക്ക് ചെയ്യില്ല ഒന്നും ചെയ്യില്ല പക്ഷെ എന്ത് ചോദിച്ചാലും അവര് പറയണത് അവർക്ക് വയ്യാകിയാന്നാണ് പക്ഷെ ഒരു രണ്ട് മൂന്ന് സിറ്റിംഗ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറയണത് പണ്ട് അവർക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു അയാളിപ്പോ ഭാര്യ മരിച്ചു രണ്ടാമത് നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ടുണ്ട് സോ ഇപ്പൊ അയാളെ കാണുമ്പോ അവർക്ക് ഈ ആളുടെ കൂടെ ഇപ്പൊ കറന്റ്ലി ഉള്ള ഹസ്ബൻഡിന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല ഷി വാണ്ട് ടു ഗോ അതാണ് പക്ഷെ അവർക്ക് അവരുടെ കുട്ടികളെ വിട്ടിട്ട് പോവാനും വയ്യ ആ ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് ഒരു ഇതൊരു പ്രശ്നമായിട്ട് കാണാലോ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അവിടെ ആ അവര് മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നിട്ടുണ്ടാവില്ല ഇത് പക്ഷെ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിലുള്ള ഫാമിലി സിറ്റുവേഷൻ ഒക്കെ കൊണ്ട് മറ്റൊരു വിവാഹത്തിലേക്ക് നിർബന്ധപൂർവം പ്രവേശിക്കേണ്ടി വന്നിട്ടുണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോയി പക്ഷെ വീണ്ടും ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ വന്നപ്പോഴാണ് അവർ തമ്മിൽ കണക്ഷൻ കാരണം ആള് ഒറ്റയ്ക്കായി മലയാളം ഡിവോഴ്സ് വന്നു വീണ്ടും അവർ ചിന്തിക്കുന്നുണ്ടാവും ഇവര് തമ്മിലാണ് കുറച്ചും കൂടി മാച്ച് ആവണേ കുറച്ചും കൂടി സന്തോഷമായിട്ട് ജീവിക്കാം ആ ഒരു കണക്ഷൻ അവിടെ വീണ്ടും ആ ഒരു കോണ്ടാക്ട് വന്നപ്പോൾ വീണ്ടും ആ വ്യക്തിക്ക് ആ ഇതല്ലല്ലോ ആ ഒരു കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് തോന്നുകയാണ് അത്തരം സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും സാധ്യത ഏറെയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിവാഹിതയായ സ്ത്രീ എന്തുകൊണ്ടാണ് ഈ ഒരു ഹസ്ബൻഡുമായിട്ടുള്ള ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തേണ്ട കണ്ടെത്താൻ പറ്റാത്തത് ഹാപ്പി ആവാൻ പറ്റാത്തത് അതിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും മെന്റൽ ഡിസ്ഫക്ഷൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് അതിനൊരു കാരണമാവാം ഇപ്പം ദീപിക പറഞ്ഞ പോലെ പല കേസുകൾ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നുണ്ട് power in intimate relationships. Uh, power is the ability or potential ability to influence another person or group. Most of the time we are not aware about of the power aspects of our relationships. One reason for this is that we tend to believe that intimate relationships are based on love alone. അപ്പോൾ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ പവറിന് അധികം സ്ഥാനമില്ല അതായത് മറ്റുള്ളവരുടെ മേലിൽ എൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് ഒരു ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ട് ചില ആളുകൾ മിക്കവാറും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു പേടിയുടെ പേരിൽ ഹസ്ബൻഡ് ഭയങ്കര അധികാരം എടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് എന്നുള്ളൊരു പവർ ഉപയോഗിച്ചൊരു സ്ത്രീയെ ഭാര്യയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയാൽ അതിൻ്റെ അവിടെ ഒരിക്കലും ഒരു ലവ് കണ്ടന്റ് അവിടെ ഒരിക്കലും ഇല്ല പേടിച്ചിട്ട് ആ റിലേഷൻഷിപ്പ് ഒരിക്കലും ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയില്ല ബേസിസ് ഓഫ് മാരിറ്റൽ പവർ എന്ന് പറയുമ്പോൾ coercive power based on the fear that the partner will punish the other നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പേരിൽ അവ reward power based on the belief that the other person will do something in return for agreement uh, expert power based on the belief that the other has greater knowledge ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ അറിയാതെ അതർ പാർട്ട്ണറെ അറിയാതെ അനുസരിക്കുന്ന അല്ലെങ്കിൽ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സബ്മിസീവ് സബ്മിസീവ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാൻ സാധിക്കാറുണ്ട് മറ്റൊന്ന് legitimate power based on the acceptance of roles giving the other person the right to demand or compliance referent power based on identifying with the partner and receiving satisfaction by acting uh, similarly. And uh, informational power based on the partner's uh, perceive, perceive explanation, persuasive explanation. Unit 17, marital harmony. concept of marriage in India. Marriage in some uh, form has been in existence from the evolution of man and society in the world. Marriage is one of the deepest and most complex web of human relations. Ancient ancient time മുതൽ വിവാഹം എന്നുള്ളത് വളരെ റെസ്പെക്ട് ചെയ്ത് പോയിരുന്ന ഒരു കാര്യമാണ് അതൊരു സൈഡമാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് marriage has been defined as a universal human institution that has been part of the social structure of all settled societies of marriage and family Hindu views on marriage നമ്മുടെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് മാരേജിനെ കാണുന്ന രീതി എങ്ങനെയാണ് വിവാഹം കഴിക്കണം ഒരു ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഹിന്ദു വ്യൂസ് ഓൺ മാരേജ് അതിനെക്കുറിച്ചൊന്ന് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും നമ്മൾ വെറുതെ നോക്കി ഉണ്ടല്ലോ ഓരോ റിലീജിയനെ ബേസ് ചെയ്ത് എന്താണ് അവരുടെ ഒരു പെർട്ടിക്കുലർ റിലീജിയന് റിലീജിയന്റെ വ്യൂസ് ഓൺ മാരേജ് എന്താണെന്ന് നമുക്കൊന്നിവിടെ അത് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും ഷെയർ ചെയ്യാട്ടോ Anil you can share something hello yes ആ കേൾക്കാം കേൾക്കാം ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് പറഞ്ഞു ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് രണ്ട് സോൾസും നേരത്തെ തന്നെ തീരുമാനിച്ചതനുസരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു അവർ രണ്ടുപേരും ഇവിടെ വന്ന് ഭൂമിയിലെത്തിയതിനു ശേഷം ബുദ്ധിസത്തിൽ അങ്ങനെയല്ല പറയുന്നത് ബുദ്ധിസത്തിൽ പറയുന്നത് ഇത് യാതൊരു ബന്ധവും ഇല്ല അത് ഈ പ്യുവർലി ഈ വേൾഡ്ലി അഫയേഴ്സ് മാത്രമാണെന്നാണ് പറയുന്നത് അതേസമയം മുസ്ലിം റിലിജിയനിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ കോൺട്രാക്ട് പോലെ തന്നെയുള്ള ഒരു കോൺട്രാക്ട് ആണ് ഇത് ജസ്റ്റ് ഫോർ ദ നമ്മളെ ഒരു ഇതിനു വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയുന്നത് ജൈനത്തിലും പറയുന്നത് അങ്ങനെ അത്ര പ്രത്യേകിച്ച് ഒരു തോന്നില്ല അത് ജസ്റ്റ് ഇവിടെ ഭൂമിയിൽ ഒരു വേൾഡിലെ അഫേഴ്സിന് വേണ്ടി മാത്രം ആണ് ഇത് അതേസമയം ഹിന്ദുയിസം ക്രിസ്ത്യാനിറ്റി ആൻഡ് വേറെ ഏതോ ഒരു സ്വറായസനിയസം അവർ മൂന്നും പറയുന്നത് ഇതൊരു വളരെ സാക്രിമെന്റൽ ആയിട്ടാണ് പറയുന്നത് അങ്ങനെയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സാക്രമെന്റായിട്ടാണ് ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്നത് ഹിന്ദുയിസത്തിലും അങ്ങനെ തന്നെ കാണുന്നു കുറിച്ച് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊരു സാക്രമെന്റ് ആയിട്ട് കാണുന്നതുകൊണ്ട് ഈവൻ ക്രിസ്ത്യാനിറ്റിയിൽ പ്രത്യേകിച്ച് കാത്തലിക്സിൻ്റെ ഇടയിൽ ഡിവോഴ്സ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഡിവോഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും കാരണം വിവാഹം എന്ന ഒരു കൂതാശ ഒരു സാക്രമെന്റ് അത്രയും പവിത്രമായിട്ട് കാണുന്നു അത്രയും അതുകൊണ്ട് തന്നെ മറ്റ് റിലിജനിൽ എനിക്ക് അറിയില്ല ക്രിസ്ത്യാനിറ്റിയിൽ ഡിവോഴ്സ് കുറവോ സെപ്പറേഷൻ കുറവോ ഒന്നും അല്ല ഇത്രയധികം പ്രിപ്പറേഷൻസ് അതായത് പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻസ് ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പല ക്ലാസ്സുകളും കൂടുതൽ ക്ലാസ്സുകളും സെമിനാറുകൾ ഇൻഫർമേഷനൊക്കെ കിട്ടുന്നുണ്ട് കാരണം അതൊരു സാക്രമെൻ്റായിട്ട് കാണുന്നു ഒരുമിച്ച് ജീവിക്കേണ്ടതിൻ്റെ എന്നിട്ടും ഇപ്പോഴ കുറേ സെപ്പറേഷൻ ഡിവോഴ്സൊക്കെ സംഭവിക്കുന്നു അപ്പം ചിലപ്പോൾ ചില മറ്റ് റിലീജിയൻ എന്നൊക്കെ ബേസ് ചെയ്ത് നോക്കാൻ പ്രത്യേകിച്ച് ഹിന്ദുയിസത്തിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് അത്തരം എനിക്കറിയില്ല നിങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലാസ്സുകൾ പ്രീ പ്രിപ്പറേഷൻസ് അങ്ങനെയൊക്കെ അത് കിട്ടുന്നുണ്ട് അതെങ്ങനെ പിന്നീട് അവരുടെ ലൈഫിനെ അതെങ്ങനെ ബാധിക്കുന്നു ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊക്കെ കുറെ അങ്ങനെ പ്രിപ്പറേഷൻസും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനെയൊന്നും കിട്ടുന്നില്ല പക്ഷെ അത് എന്തെങ്കിലും വിധത്തിൽ നെഗറ്റീവായിട്ട് വിവാഹത്തെ ബാധിക്കുന്നുണ്ടോ അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഷെയർ ചെയ്യാമോ നിങ്ങൾക്ക് റിസർച്ച് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക നിങ്ങളുടെ റിസർച്ച് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ഇതിനെ ബേസ് ഏതെങ്കിലുമൊക്കെ എന്തിനൊക്കെ ഫാമിലി ബേസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സ്റ്റഡികൾ ഉറപ്പായിട്ടും ശിക്ഷ പ്രൈമറേറ്റർ കൗൺസിലിംഗ് ഇമ്പോർട്ടന്റ് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു അടുത്ത് വന്നിട്ടുള്ള കേസുകളുടെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻസിനൊക്കെ ആണെങ്കിൽ കൂടുതൽ ഒരു പ്രീ കൗൺസിലിംഗ് കൊടുക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഒരു ധാരണ എന്ന് കരുതി അതുകൊണ്ട് മാത്രം എഫക്റ്റീവ് ആകുന്നു എന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും കുറച്ചുകൂടി ഒരു ധാരണയുണ്ട് എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അതുകൊണ്ടൊരു കുറച്ചൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ബാക്കിയുള്ള ഇപ്പൊ ഈ ഒരു ഫാമിലി ലൈഫുമായിട്ട് അതായത് മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ ന്യൂലി വെഡ്സ് കപ്പിൾസ് ഒക്കെ വന്നിട്ട് പലപ്പോഴും പറയുന്നത് ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലായത് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആവശ്യമാണ് ഈ ഒരു പ്രീമരേറ്റൽ കൗൺസിലിംഗ് എന്ന് തോന്നുന്നു അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ തോന്നുന്നു okay good sister premarital counselling അല്ലെങ്കിൽ പ്രീമറേറ്റൽ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിറ്റിയിലെ ഇപ്പൊ ഞാനൊരു യാക്കോബൈറ്റ്സ് ആണ് അപ്പൊ അതിനകത്തൊരു ത്രീ ഡേയ്സ് ആണ് അവർ ടോട്ടൽ കൊടുക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞത് ഈ ത്രീ ഡേയ്സ് കൊണ്ട് എത്ര കണ്ട് ഒരു പ്രിപ്പയർ ചെയ്ത് ഒരു കപ്പിൾസിനെ വിടാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ശരിക്കും ഈ പഴയ ആൾക്കാർ പറയുന്ന പോലെ ഈ കതിരെ കൊണ്ടേ വളം വെക്കുക ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രീമറേറ്റൽ ഒരു കോഴ്സും കൊണ്ട് അവർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതി കൊണ്ട് മാത്രമേ നമുക്ക് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡിവോഴ്സ് കേസസ് കുറഞ്ഞിരുന്നേനെ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ പോലും അപ്പോ ചെറിയ രീതിയിലൊക്കെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവാം എന്നിരുന്നാലും അതൊരു പൂർണ്ണമായിട്ട് അതിനെ നമുക്ക് അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്രയും എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആണ് പക്ഷെ എന്നിരുന്നാലും ആ ഒരു ലാസ്റ്റ് ത്രീ ഡേയ്സ് കൊണ്ട് അവരത് ചെയ്യുന്നത് അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അതാണ് എൻ്റെ അഭിപ്രായം ബേസിൽ അത് ആ ഒരു ത്രീ ഡേയ്സ് മാത്രമല്ല അതൊരു തീർച്ചയായാലും ഒരു വളരെ എന്താ പറയണേ ഏറ്റവും അടുത്തുള്ള ഒരു ഒരു ഒരുക്കമായിട്ട് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് അതൊരു വിവാഹം ഉറപ്പിച്ചതിന് ശേഷമൊക്കെ ഒരുമിച്ച് രണ്ടു കൂട്ടരും കൂടെ ബോയ് ആൻഡ് ഗേൾ ഒരുമിച്ചാണ് മിക്കവാറും ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക അപ്പൊ അതിനാൽ തന്നെ അവരുടെ മൈൻഡ് ബിഫോർ മാരേജ് അവരുടെ മൈൻഡ് വേറൊരു ലോകത്തിലായിട്ടുണ്ടാവും ഓൾറെഡി അപ്പൊ ഈ ക്ലാസ് കേൾക്കുന്നൊക്കെ ഏ ഇതൊക്കെ ഞങ്ങൾക്ക് ഈസിയാ ഇതൊക്കെ അറിയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ആ ഒരു കോഴ്സ് കൂടി വിവാഹം കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം നമ്മൾ ഇവിടെ കൗൺസിലിങ്ങിന് വരുമ്പോൾ നമുക്കറിയാം ഓ സിസ്റ്റർ അന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു പക്ഷെ അന്നൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അപ്പൊ വിവാഹത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് കൊടുക്കുവാണെങ്കിൽ just after the marriage or after few months of marriage ഇങ്ങനെ ഒരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ് പലരും അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കുറേ കുറേയും കൂടി ക്ലാസ്സുകളും ഇപ്പം ചർച്ചിൽ വെച്ചിട്ടുള്ള പ്രസംഗങ്ങളും ക്ലാസ്സുകളൊക്കെ കുറേ അധികം ധ്യാനങ്ങളൊക്കെ അത്തരത്തിൽ ഫാമിലി ബേസ് ചെയ്ത് കപ്പിൾസിനെ ബേസ് ചെയ്തൊക്കെ കുറേ ക്ലാസ്സുകളും റിട്രീറ്റുകൾ സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ why it is not that useful എന്ന് വെച്ചാൽ ആ സമയത്തൊന്നും ഇത് ഓ ഇതൊക്കെ ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ എനിക്ക് കഴിയും എനിക്ക് സാധിക്കും ഒരു ചിന്തയാണ് പിന്നെ അത്രയും മാത്രം ശ്രദ്ധ അതിന് കൊടുക്കുന്നില്ല അതിനത്ര മാത്രം സീരിയസ് ആയിട്ട് കാണുന്നില്ല പക്ഷേ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷമാണ് ഓ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പേഴ്സണാലിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് സിറ്റുവേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെ മനസ്സിലായി എനിക്ക് എൻ്റെതായ ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്താ പറയുക ഐഡിയാസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഒരു വിവാഹത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് വിവാഹത്തിലേക്ക് വന്നു കഴിയാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു റൂഫിൽ അണ്ടറിൽ ഒരു റൂഫ് പിന്നെ ഒരു ബെഡിൽ ഒരുമിച്ച് കഴിയാന്ന് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഒരു നമുക്ക് മനസ്സുകൊണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഉറങ്ങുക എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നമുക്കറിയാം ചിലപ്പോ നമുക്ക് അല്പം ഇഷ്ടക്കേടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരുമിച്ച് ഭക്ഷിക്കുക ഒരുമിച്ച് ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അത്രയും മൈൻഡ് പ്രിപ്പയർഡ് ആയിട്ടാണെങ്കിൽ മാത്രമേ ഈ ഒരു വ്യക്തിയുമായി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റുള്ളൂ പരസ്പരം മനസ്സിലാക്കി എനിക്ക് എൻ്റെതായ വീക്ക്നെസ്സസ് ഉണ്ട് എനിക്ക് എൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ തന്നെ മറ്റു വ്യക്തിക്കും അത്രയും അത് അതുപോലൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അംഗീകരിക്കാൻ സാധിച്ചാലാണ് വിവാഹ ജീവിതം അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ ഇന്നത്തെ ഒരു യങ് കപ്പിൾസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഇവരെ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളൊക്കെ കുറെ ഉണ്ട് അപ്പൊ അതിനാൽ തന്നെ അവരൊന്ന് പണ്ടൊക്കെ നമ്മൾ കാരണന്മാരുടെ ഒരു ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റി ഓഫ് കമ്മിറ്റ്മെന്റ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അവർ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു പ്രത്യേകിച്ച് ആ ഒരു വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് അവിടെയാണ് രണ്ടുപേരും തമ്മിൽ സെറ്റ് ആവണത് അവരുടെ സ്വഭാവ പ്രത്യേകതകള് പേഴ്സണാലിറ്റി ഡിഫറൻസസ് ഒക്കെ അംഗീകരിച്ച് സെറ്റാവുന്ന ഒരു സമയമാണ് ആ സമയം അവർ ഒരുമിച്ചായിരുന്നില്ലെങ്കിൽ പിന്നീട് ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ആ ഒരു കാലഘട്ടം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ മനസ്സിലാക്കി കുറച്ച് സാക്രിഫൈസ് എടുക്കാൻ ചെയ്യാനായിട്ട് വില്ലിങ് ആയാൽ പിന്നീട് കുറച്ചും കൂടി ഉണ്ടാകും എന്നാണ് ചില കേസുകളും പഠനങ്ങളും ഒക്കെ കാണിക്കുന്നത് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടെങ്കിൽ ചെയ്യാട്ടോ സിസ്റ്റർ എനിക്ക് എനിക്കൊരു പോയിന്റ് പറയാൻ ആഗ്രഹമുള്ളത് കൂടുതൽ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ ഇപ്പം പലരും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നു അപ്പൊ നമ്മൾ അവർ അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു അപ്പം പലരും എപ്പോഴും അതൊരു നമ്മളിങ്ങനെ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യുന്നു അത് അവർ അത് അവരുടെ ജീവിതത്തിൽ അവർ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പല ഇപ്പോഴത്തെ ഒരു പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഒരു യങ് കപ്പിൾ അല്ലെങ്കിൽ അവർക്കൊക്കെ എപ്പോഴും കുറവുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരൊരു നല്ല എക്സാമ്പിളിനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പല പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ അനുകരി അനുകരണീയമായ മാതൃകകൾ അവരുടെ മുന്നിൽ അവർക്ക് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിന്റെ സക്സസിനെ പറ്റി പറയുന്നതാണ് പലരും കാണുന്നില്ല നല്ലൊരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് അപ്പം അതിന് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് അവരവരുടെ ഫാമിലി തന്നെ ഒത്തിരി വലിയ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പം അവർക്ക് അവർ ഇപ്പൊ ഒരു ഗേള് ബോയ് അവർ ഏത് ഫാമിലിയിൽ നിന്ന് വരുന്നു അവരുടെ പേരൻസ് എങ്ങനെയായിരുന്നോ അത് ഇവരുടെ ഇവരുടെ മാരീഡ് ലൈഫിൽ ഒരു വലിയ ഫാക്ടർ ആവുന്നുണ്ട് വലിയ ഫാക്ടർ അത്ര വലിയൊരു റോൾ ഉണ്ട് അതിന് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു ഉപദേശത്തെക്കാളും ഐ ഫീൽ എപ്പോഴും ഒരു വിറ്റ്നസിങ് വിറ്റ്നസിങ് അവർക്ക് നല്ലൊരു വിറ്റ്നസിങ് ആയിട്ടുള്ള ഒരു ലൈഫ് കാണാൻ സാധിക്കുന്നതാണ് പലർക്കും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നത് ഇപ്പൊ ശരിയാണ് നമുക്ക് അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും അവർക്ക് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും ശരിയാണ് പക്ഷെ ഐ ഫീൽ ലൈക്ക് അവർ നല്ലൊരു ബിസിനസ് കണ്ട നമ്മൾ നല്ലൊരു കപ്പിളിനെ കാണുന്നു അല്ലെ നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നു അത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് യങ് കപ്പിൾസിന് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അപ്പൊ പലപ്പോഴും ഫാമിലിയിൽ നിന്ന് തന്നെ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എന്നുവെച്ചാൽ ഇനിയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ നേരത്തെ ഉള്ള പേരൻസ് അതൊന്നും നമുക്കൊന്നും ശരിയാക്കാൻ പറ്റത്തില്ല അപ്പം പിന്നീടാണേലും യങ് കപ്പിൾസിനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട അവര് അവരുടെ ലൈഫ് നല്ലൊരു മാതൃകപരമായി ജീവിച്ചാൽ മാത്രമേ ഉള്ളൂ അവരെ കണ്ട് അടുത്ത തലമുറ അത് അനു ഫോളോ ചെയ്യത്തുള്ളൂ അപ്പം വിറ്റ്നസിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെ വിറ്റ്നസിങ് ആയിട്ടുള്ള ഫാമിലി ലൈഫാണ് പലപ്പോഴും ഒരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് എന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നല്ല നല്ല അനുകീരണീയമായ മാതൃകകൾ കാണുന്നതാണ് കൂടുതൽ നമ്മളെ നല്ലൊരു റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ മരിയ അല്ലേ അതെ മരിയല്ലേ പേര് മരിയ മരിയ എന്താ ചെയ്യണേ ഞാൻ ഡെന്റിസ്റ്റ് ആണ് ഓക്കെ ഓക്കെ ഞാൻ മരിയ പറഞ്ഞ അതായത് കൗൺസിലിംഗ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും അഡ്വൈസ് കൊടുക്കണതോ ഇൻസ്ട്രക്ഷൻ കൊടുക്കണതോ അല്ല നമ്മൾ കൗൺസിലിംഗിന് ഒരു സെഷന് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനോ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസോ അല്ല നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന കപ്പിൾസോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ഫോളോ ചെയ്യുക അവർ നമ്മൾ കൗൺസിലിംഗ് ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ we help others to take decision നമുക്കവിടെ ഒരു നമ്മളവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നു നമ്മുടെ സ്കിൽസ് ഉപയോഗിക്കുന്നു അവർക്ക് ആ ഒരു അവയർനെസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പൊ അവരാണ് തീരുമാനം എടുക്കുന്നത് ഓക്കെ അവർക്ക് ഒരു പക്ഷെ നമുക്കറിയാം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിന്നിട്ടാണ് അവർ വരുന്നത് രണ്ടു കൂട്ടർക്കും അവനവന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുന്നു മറ്റുള്ളവരെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ അവരെങ്ങനെയാണ് അവർക്ക് എങ്ങനെയാ അത് ഫീൽ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല അപ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് അവര് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ we help them to get aware awareness about their own personality and about other other personality and എങ്ങനെയാണ് അത് ഒരുമിച്ച് വരാൻ സാധിക്കുക അവിടെ അവിടെ വെച്ച് അവർക്ക് ഒരു ഒരു അവയർനെസ് കിട്ടുന്നു ഇൻസൈറ്റ് കിട്ടുന്നു so they they want to take decision whether they they whether they can accept each other Uh, depends on the uh, uh, couple uh, പിന്നെ മറ്റൊരു കാര്യം ഇപ്പം തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്താ പറയണേ അനുകരിക്കാൻ പറ്റുന്നില്ല അതായത് റോൾ മോഡൽസ് ഇല്ല എന്നുള്ള കാര്യം പണ്ടൊക്കെ നമുക്കറിയാം പഴയ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഫാമിലികൾ ഒരുമിച്ചായിരുന്നു ജോയിന്റ് ഫാമിലി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസും പാരൻസ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് തലമുറയെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു <clears throat> കാലഘട്ടമായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പാരൻസ് അവരെങ്ങനെ ജീവിച്ചു എന്ന് കണ്ടിട്ട് തന്നെയാണ് അടുത്ത തലമുറയും ഒരു വിവാഹ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ കപ്പിൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു ഇത് കാണുന്നില്ല ഒരു വിവാഹം കഴിക്കുന്നു അവർ ആ ആൺകുട്ടിയും പെൺകുട്ടിയും അല്ലെങ്കിൽ പുറത്ത് അബ്രോഡ് ജോലി ചെയ്യുന്നവരാവാം അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാവും അപ്പോൾ ആ യങ് കപ്പിൾസ് അവിടേക്ക് മൂവ് ചെയ്യാണ് അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവില്ല അറിവുണ്ടാവില്ല ഒക്കെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞു ഒരുമിച്ച് ജീവിക്കുക അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കാം അതിന്റെ റോൾസ് എന്താണ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ ചിന്തിക്കാതെ വരുമ്പോഴേ അവര് ആ ഒരു പിന്നീട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും റോൾ മോഡൽസ് ആവശ്യമാണ് നമുക്കായാലും കപ്പിൾസിനായാലും നമ്മുടെ കുട്ടികൾക്കായാലും റോൾ മോഡൽസ് ആവശ്യമാണ് അല്ലെങ്കിൽ അപ്പം അവരുടെ ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഒരു അമ്മ പെൺകുട്ടിയാണെങ്കിൽ ആ അമ്മയ്ക്ക് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഒരു വലിയ റോളുണ്ട് പെൺകുട്ടിയെ വിവാഹത്തിലേക്ക് ഒരുക്കാൻ എന്തൊക്കെ ആവണം എങ്ങനെയൊക്കെ ആവണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരുക്കി വിടാനായിട്ട് തയ്യാറാവണം അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നണേ നമ്മളൊരു വിവാഹത്തിന് ഒരുങ്ങിയ കുട്ടി അല്ലെങ്കിൽ നാളെ വിവാഹിതയാവാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഭക്ഷണം കുക്ക് ചെയ്യാനറിയാം അറിയാം ഏയ് അതൊന്നും കുഴപ്പമില്ല യൂട്യൂബ് ഉണ്ടല്ലോ പിന്നെ അപ്പോൾ അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് കാരണം യൂട്യൂബിൽ നോക്കി എത്ര മാത്രം കുക്ക് ചെയ്യും വെറും കുക്കിംഗ് മാത്രമല്ലല്ലോ ഫാമിലി ലൈഫ് കുക്കിംഗ് അതായത് ഒരു അടുക്കള മാനേജ് ചെയ്യണം ഒരു വീട് മാനേജ് ചെയ്യണം അങ്ങനെ പല കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഒരു ഞാൻ പെൺകുട്ടി എന്ന് ഊന്നി പറയുന്നത് പെൺകുട്ടിയാണ് ബേസിക്കലി ഒരു വീട് മാനേജ് ചെയ്യണം ആൺകുട്ടികളെ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും അവർക്ക് അവരുടെ ഇതൊരു ഓറിയന്റേഷൻ ഉണ്ട് പക്ഷെ ഒരു പെൺകുട്ടിയുടെ മിടുക്കാണെന്ന് പറയും ആ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറെയൊക്കെ സാക്രിഫൈസ് ചെയ്യാനായിട്ടും സ്നേഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് ബയോളജിക്കലി സൈക്കോളജിക്കലി അവർക്ക് അങ്ങനെയാണ് സ്ത്രീനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു മെൻ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ മെന്റൽ കപ്പാസിറ്റി അവളുടെ സൈക്കോളജിക്കൽ എബിലിറ്റി ഒക്കെ അങ്ങനെയാണ് സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൂടുതലാണ് അവൾക്ക് കൂടുതൽ മെന്റൽ പവറും ഉണ്ട് പുരുഷനെ സംബന്ധിച്ച് അവന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അവൻ ഫിസിക്കൽ പവർ തന്നെയാണ് അതുകൊണ്ടാണ് നമുക്കറിയാം ഒരു പുരുഷന് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്കും അവർക്ക് അവന് പേടിയാണ് അയ്യോ എനിക്ക് എന്തെങ്കിലും വലിയ അസുഖമാണോ അതേസമയം ഒരു സ്ത്രീക്കാണെങ്കിൽ അവൾക്കൊരു പനി വന്നോ തലവേദന വന്നോ അതൊക്കെ അവള് കുറെയൊക്കെ മാനേജ് ചെയ്യും അത്രയും വയ്യാണ്ടാവുമ്പോൾ മാത്രമാണ് അവള് എന്താ പറയണ ഒരു മെഡിക്കേഷന് പോകണതോ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ഒക്കെ അത്രയും അവള് അത് സഹിക്കും കാരണം അവളെ സംബന്ധിച്ച് അവൾക്ക് അവളുടെ കൺസേൺ അവളുടെ മക്കളാവാം ഹസ്ബൻഡാവാം അപ്പോൾ അതാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സിസ്റ്റർ എനിക്ക് ഈ റോൾ മോഡലിന്റെ കാര്യം ഒന്നും കൂടി ഒന്ന് ഒരു പോയിന്റ് കൂടി അതിനകത്ത് ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ട് ഇപ്പോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് പലപ്പോഴും ചിലപ്പോൾ പേരൻസ് ഒക്കെ നല്ല റോൾ മോഡൽസ് ആയിരിക്കാം അവരിൽ നിന്നും ഒരു ഇഷ്യൂസുകളോ ഒന്നുമില്ല എങ്കിൽ പോലും ഫാമിലിയിൽ ഇഷ്യൂസുകളും ഉണ്ടാകാറുണ്ട് കാരണം നല്ല ഫാമിലി മെമ്പേഴ്സ് അച്ഛനും അമ്മയും രണ്ടുപേരുടെയും അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ഇഷ്യൂസുകളില്ല അവർ നല്ലതാണ് പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റിംഗ് മീൻസ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഇഷ്യൂസുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ റോൾ മോഡൽ മാത്രം കൊണ്ട് ഒരിക്കലും ഫാമിലി ലൈഫ് നല്ല രീതിയിൽ പോകണം അല്ലെങ്കിൽ റോൾ മോഡൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഫാമിലി ലൈഫിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല സിസ്റ്ററെ അതെ അതെ ആ റോൾ മോഡല് നമുക്ക് ആ ഒരു പേടി അല്ലെങ്കിൽ അത് എന്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നല്ലോ എന്ന ചിന്ത നമുക്ക് വരാം പക്ഷെ ഇതുപോലെ തന്നെ ഒത്തിരി കേസസ് അച്ഛനും അമ്മയും വളരെ നല്ല രീതിയിൽ സ്നേഹിച്ച് വർഷങ്ങളായിട്ട് സ്നേഹിച്ച് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്ന പാരൻസിന്റെ മക്കൾക്ക് പോലും ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം വരുന്ന ഒത്തിരി കേസുകൾ വരുന്നുണ്ട് അത് കാരണം നമുക്ക് അറിയാം ഇപ്പോ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സൈക്കോളജിക്കൽ ഡിഫറൻസ് അവർ വളർന്നു വന്ന രീതികൾ അവർ കണ്ട് പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അതിൽ വ്യത്യാസം കാരണം സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഒരു കുട്ടിക്ക് കിട്ടിയ subjective experience and awareness about one's own self അതിൻ്റെ ഐഡന്റിറ്റി ഇതൊക്കെ അവനവനെ തന്നെ മനസ്സിലാക്കി അംഗീകരിക്കാൻ സാധിക്കുന്നു അത് ഒപ്പം തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിതിനെ കുറിച്ച് നമ്മൾ പഠനങ്ങൾ നടത്തുമ്പോൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കേസുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുറേ ഘടകങ്ങളുണ്ട് കുറേ എലമെന്റ്സ് ഫാക്ടേഴ്സ് ഈ ഫാമിലി ഇഷ്യൂസിന് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അടുത്തേക്ക് ഒരു ഫാമിലി വരുമ്പോഴേ അത് എന്തൊക്കെ കാരണമാണ് നമ്മൾ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഈ ഒരു കേസ് ഒരു പ്രോബ്ലത്തെ നോക്കി കാണേണ്ടത് അത്യാവശ്യമാണ് സിസ്റ്റർ എനിക്കൊരു കാര്യം തോന്നുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു പ്രശ്നമില്ലാത്ത ഫാമിലിയിൽ നിന്ന് വന്ന അതൊക്കെ കണ്ട് വന്നിരിക്കുന്ന ഫാമിലിയിലുള്ള ന്യൂ ജനറേഷൻ ആൾക്കാർ വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് അപ്പോ എനിക്ക് തോന്നുന്നത് പ്രശ്നങ്ങൾ എപ്പോഴും ഒരു ഫാമിലിയിൽ ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതും കൂടി മക്കളൊക്കെ കാണണം അതിപ്പോ പേരൻസിന് തമ്മിൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് മക്കൾക്ക് അറിയില്ല അതാണ് പ്രശ്നം ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മക്കൾ അറിയരുത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഒരു ഇപ്പോഴും ഉണ്ട് അങ്ങനെ അപ്പൊ കുട്ടികൾക്ക് അറിയില്ല പേരൻസിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ല അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോ അതാണ് ഒരു പ്രശ്നം എനിക്ക് ഫീൽ തോന്നിയിട്ടുള്ളത് ഓക്കെ ജിനി പറഞ്ഞ പോലെ കുട്ടികളെ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ബോധേഡ് ആയിരിക്കില്ല ഫാമിലിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ അതിന്റെ ഇമ്പാക്ട് കുട്ടികളിലും ഉണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നോർമൽ ലൈഫിന്റെ ഭാഗമാണ് പക്ഷെ അത് എങ്ങനെ അവര് ആ ഒരു പ്രോബ്ലം സോൾവിങ് പ്രോസസ് അവർ ചെയ്യുന്നു തീർച്ചയായിട്ടും അത് കുട്ടികൾ കാണണം അല്ലെങ്കിൽ കുട്ടികൾ അറിയണം ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ കപ്പിൾസ് ചിലപ്പോൾ അച്ഛനോ അമ്മയോ ആണെങ്കിൽ അവര് ചിലപ്പോൾ അവരുടെ മക്കളുടെ അടുത്തായിരിക്കും ഷെയർ ചെയ്യുക അച്ഛൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തു അമ്മ അങ്ങനെയാണ് അമ്മ അച്ഛൻ ഇങ്ങനെയാണ് അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂ കൺഫ്യൂഷൻ ആവും അതേസമയം കപ്പിൾസിന്റെ ഇടയിൽ അവർ ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ മക്കൾക്കും കൂടി ഒരുമിച്ചിരുന്ന് ഇത് എങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും ഒരു healthy way of solving problems ആണ് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് അങ്ങനെ ഒരു കാര്യവും കൂടി തീർച്ചയായിട്ടും ഉണ്ട് സിസ്റ്റർ അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാമിലിന്റെ ഒരു വേ അല്ലേ അത് പണ്ട് നമ്മൾ ജോയിന്റ് ഫാമിലി ആയിരുന്നപ്പോൾ നമുക്ക് കുറെ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ നമ്മൾ ന്യൂക്ലിയർ ആയപ്പോൾ നമുക്ക് കാണുന്നത് ആകെ നമ്മുടെ അച്ഛനും അമ്മയും മാത്രമാണ് അതിനപ്പുറത്തേക്ക് വേറൊരു ഫാമിലി നമ്മൾ കാണുന്നത് ജസ്റ്റ് ഗസ്റ്റ് ആയിട്ട് മാത്രം പക്ഷെ ഒരു ജോയിന്റ് ഫാമിലി ആകുമ്പോൾ അങ്കിൾ ആന്റി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാണും അപ്പൂപ്പനും അമ്മമ്മ എങ്ങനെയായിരുന്നു കാണും ഇപ്പൊ വേറൊരു അങ്കിൾ ആൻ്റി ഉണ്ട് അവർ ഇങ്ങനെയാണ് അപ്പം നമുക്കത് കംപയർ ചെയ്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ഏതാണെന്ന് എടുക്കാം അപ്പോൾ അതിന് നമുക്കപ്പോൾ ആ കാണുന്ന കുട്ടിക്ക് അറിയാൻ പറ്റും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അതിൽ സൊല്യൂഷൻ വന്നത് എന്നുള്ളത് അപ്പോൾ കൂട്ടായിട്ട് ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് അവരുടെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുന്നത് ഇവർ കാണുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ നോക്കുമ്പോൾ അത് കുറേയും കൂടി ഇവർക്ക് കണ്ട് മനസ്സിലാക്കാൻ അവർ അവനവൻ തന്നെ ആ കുട്ടി വളർന്നു അവർ സ്വയം മനസ്സിലാക്കാൻ ഓക്കെ ഇന്നൊക്കെ ഉണ്ടാവുമെന്ന് ഇന്ന രീതിയിൽ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം അപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒരു അച്ഛനും അമ്മയും മാത്രം അല്ലെങ്കിൽ അവർ ആ ഒരു കൊച്ച് സർക്കിളിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണ് അവർ കാണുന്നുള്ളൂ അത് ഒരു ഹെൽത്തി വേയിൽ അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്കും അത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് theories of marriage and family അതിൽ ചില തിയറികൾ പറയുന്നത് സിംബോളിക് ഇൻട്രാക്ഷൻ തിയറി അതിൽ symbolic interaction theory emphasise on how people interact with each other marriage ലൈഫിൽ എങ്ങനെയാണ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് structural functionalism theory structural functionalism theory focus on the society and its functioning Uh, conflict theory, according to this theory, love, affection and conflict are key elements in marriage and family. നല്ല കാര്യങ്ങൾ മാത്രം മീൻസ് കോൺഫ്ലിക്റ്റും ഉണ്ടാവണം അതായത് തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ലൈഫിൽ കോൺഫ്ലിക്റ്റും ഉണ്ടാവണം അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവണം എന്നുള്ളത് ഒരു ഫാക്റ്റാണ് നമ്മൾ സിഗ്മൺ ഫ്രോയിഡ് എറിക് എറിക്സന്റെ തിയറി പ്രകാരം രണ്ട് നെഗറ്റീവ് ഇഫക്റ്റും പോസിറ്റീവ് ഇഫക്റ്റും ഉണ്ട് അതിൽ ബാലൻസ് ചെയ്ത് പോകുന്ന കാര്യത്തിൽ എന്ന ഒരു പേഴ്സണാലിറ്റിക്കാണ് ഹെൽത്തി ആയിട്ടൊരു ഹെൽത്തി മൈൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഒരിക്കലും വഴക്കൊന്നും പറയാതെ ഒരു പ്രോബ്ലം ഇല്ലാതെ ഒന്നുമില്ലാതെ വളരുന്ന അറിയാതെ വളരുന്ന ഒരു കുട്ടി പത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ കുട്ടിക്ക് അത് അറിയില്ല എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതും കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ചും കൂടി പരസ്പരം അറിയുന്നു അങ്ങനെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും family systems theory family system theory views family as subdivided into parts or consisting of subsystems which together makes a family family എപ്പോഴും നമ്മൾ കാണുക ഒരു ആയിട്ടാണ് കാരണം നമ്മൾ നമുക്കറിയാം നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അതൊരു സിസ്റ്റമാണ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ് അതിൽ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിന് പ്രോബ്ലം വന്നാൽ ഫങ്ഷൻ അല്ലാതെ വരുമ്പോഴത് മറ്റ് പാർട്ടുകളും അത് മൊത്തം എൻ്റെ ആ സിസ്റ്റം വർക്ക് ചെയ്യാതെ വരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഫാമിലിയിൽ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് പാരൻസ് കുട്ടികൾ in laws grandparents relatives neighbours അങ്ങനെ പല പാർട്സുകൾ ചേർന്നതാണ് ഫാമിലി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിന് പ്രോബ്ലം വന്നാൽ അത് മറ്റു പാർട്ടിനെയും മൊത്തം ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുന്നു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് മേറ്റ് സെലക്ഷൻ ഇത് കുറച്ച് നല്ലതായിരിക്കും നമ്മൾ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് സഹായിക്കും um, life goals. The ultimate aim of marriage and life is the willingness to raise a family and perform other roles and responsibilities as relevant for the growth of the family. രണ്ട് കൂട്ടർക്കും ലൈഫിനെ കുറിച്ചുള്ള ലൈഫിൽ എന്താണ് ഗോൾ രണ്ട് കൂട്ടർക്കും ഓൾമോസ്റ്റ് മാച്ച് ആവുന്ന ഒരു ഗോൾ ഇല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അത്ര സക്സസ് ആവാൻ സാധ്യതയില്ല love if you love someone, you want to live the rest of your life with that person. In the Indian context, love comes after marriage. അത് ഒരു പഴയ ഒരു രീതി വെച്ചിട്ടാണ് പഴയെന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജിൽ തീർച്ചയായിട്ടും ആഫ്റ്റർ മാരേജ് ആണ് സ്നേഹം അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ അപ്പൊ ആ ഒരു രീതി പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു വില്ലിങ്നെസ് രണ്ടു കൂട്ടർക്കും ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു heterosexual relationship or homosexual relationship എനിക്കൊരു ഓപ്പോസിറ്റ് സെക്സിനെ സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ പറ്റും എന്ന് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പാടില്ലെങ്കിലാണ് ആ ഒരു വിവാഹ ജീവിതം സക്സസ് ആവുള്ളൂ similarity the partner may have similar likes and dislikes value systems similar to you or it can be just the opposite depending on the need gratification of the person choice of mate is made. Similarity എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെജോറിറ്റി നമുക്കറിയാം ഒരു ഫാമിലി വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി രണ്ട് ഫാമിലികൾ തമ്മിൽ ഒന്നാവുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ നോക്കേണ്ടത് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അവരുടെ കൾച്ചർ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എഡ്യൂക്കേഷൻ എന്താണ് കാസ്റ്റ് എന്താണ് റിലീജൻ എന്താണെന്നൊക്കെ ബേസിക് ആയിട്ടുള്ള സിമിലാരിറ്റികൾ നമ്മൾ ചെക്ക് ചെയ്യും അപ്പൊ എനിക്ക് അങ്ങനെ ഹിന്ദു വിവാഹത്തില് കുറെ പൊരുത്തം അല്ലെ ഒൻപത് പൊരുത്തോ സെവനോ എത്രയാണ് പൊരുത്തം നോക്കില്ലേ നിങ്ങള് അറിയാം എനിക്ക് പറഞ്ഞോളൂട്ടാ പത്ത് ഒമ്പതായിരം അങ്ങനെയാണ്ട് എത്ര പൊരുത്തങ്ങളുണ്ട് അതിൽ എക്സാക്ട്ലി എല്ലാം വരെ പൊരുത്തം വന്നില്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഒരു നാലോ അഞ്ചോ പൊരുത്തമെങ്കിലും ഒരുമിച്ച് വന്നാൽ പരസ്പരം മാച്ചിങ് ആയിട്ട് വന്നാൽ ആണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ ഏകദേശം തീർച്ചയായിട്ടും പേഴ്സണാലിറ്റി ഡിഫറൻസസ് ജെൻഡർ ഡിഫറൻസസ് അവിടെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ പൊരുത്തം കണ്ടില്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും Expectations. The expectations of the persons from each other and from life influence marital happiness and uh, compatibility of the same is a point of concern of marital stability. എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണത് ഞാൻ എൻ്റെ ഒരു വിവാഹ ജീവിതത്തിലൂടെ ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എൻ്റെ പാർട്ട്ണർ ജീവിത പങ്കാളിയിൽ നിന്ന് ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നതനുസരിച്ച് അതൊരു വലിയൊരു ഘടകമാണ് റീസെൻ്റ്ലി വന്നൊരു കേസാണ് പെൺകുട്ടി ഒരു ഒരു പുവർ ഫാമിലി എന്നാണ് പക്ഷെ അവൾ ഒരു ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞു ജസ്റ്റ് കഴിഞ്ഞു പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞു ആൺകുട്ടിക്ക് ഒരുവിധം തരക്കേടില്ലാത്ത ജോലിയുണ്ട് പക്ഷെ പാർട്ടീഷനൊന്നും കഴിഞ്ഞിട്ടില്ല വീടൊന്നും സ്വന്തമായിട്ട് വെച്ചിട്ടില്ല അതിന് ഇവരുടെ വിവാഹം കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി ഒരു കുട്ടിയുണ്ട് ഒരു വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് പക്ഷേ ഇവർക്ക് തമ്മിൽ ഒരു ഒരുമിച്ച് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഈ ഫാമിലിയുമായിട്ടോ ഈ വ്യക്തിയുമായിട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം കണ്ടു ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു പക്ഷേ ഇവള് ഇപ്പൊ രണ്ടു വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കുട്ടിയായി എന്നിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ടുള്ള സ്വഭാവ പ്രത്യേകതകള് കാണുന്നു അപ്പോൾ കുട്ടി പറഞ്ഞ വേറെ ഏതൊരു കാര്യമാണ് സിസ്റ്റർ എനിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തു അതായത് ഞാൻ വലിയൊരു വീട് കാറ് എബ്രോഡ് പോവാ കുറേ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആവണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് പക്ഷെ ഇതൊന്നും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ I'm going back to my own family ഇതാണ് പറയുന്നത് പക്ഷെ ഒരു വിവാഹത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇതൊരു കാരണമല്ല കാരണം ആ ആൺകുട്ടിക്ക് ജോലിയുണ്ട് അവന് ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം ഇവർക്ക് എബ്രോഡ് പോകാം രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേർക്കും ഏൺ ചെയ്യാം എങ്ങനെ ഈ ഫാമിലി ഫാമിലി ലൈഫ് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു വലിയ വീടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാറോ അത് ബേസിക്കലി അതല്ലല്ലോ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യേണ്ടത് പക്ഷെ എന്താണ് എൻ്റെ എക്സ്പെക്ടേഷൻ ഞാൻ എന്ത് മറ്റുള്ള ഒരാളിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് socio economic status marriage take place among varied socio economic status the background regarding the education family values cultural group ethnicity and clan lineage are some of the factors which are considered at the time of marriage കൾച്ചറും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കറിയാം ചിലപ്പോൾ ഒരു തൃശ്ശൂർ എന്ന് പറഞ്ഞ തൃശ്ശൂരിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ കുറച്ചൊരു മലബാർ സൈഡിലേക്ക് പോകുന്ന കൾച്ചർ എറണാകുളം സൈഡിലേക്ക് പോകുന്ന കൾച്ചർ അതിലേക്കൊക്കെ പോകുന്ന ഒരു കൾച്ചർ തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും കാസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം അത് ആ ഒരു കാര്യം നമ്മൾ കുഞ്ഞുനാൾ മുതൽ മനസ്സിലാക്കി പഠിച്ച് വന്ന ഒബ്സർവ് ചെയ്ത് വന്ന ഫോളോ ചെയ്ത് വന്ന ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു വേറെ ഡിഫറെന്റ് കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം ഒരു അഫെയറിലേക്ക് വരുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇതൊന്നും മൈൻഡ് ചെയ്യാറുള്ളൂ ഇതൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം temperament and personality there are some qualities which were and still appreciated among the two sexes. Female is like to be warm, caring, submissive, etc. While male is like to be confident, warm, caring, and we can take decisions. The personality differences. Uh, discuss psychological differences. ചെയ്തതാണ് സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഒരു സ്ത്രീയും പുരുഷനും അതിനാൽ തന്നെ പെർഫെക്റ്റ് ആവണമെന്നില്ല വിവാഹ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ജീവിത പങ്കാളി അപ്പോൾ അവര് ആ ഒരു ഹോൾ ഇതിലേക്ക് വരണത് രണ്ടുപേരും കൂടി ഒന്നാകുമ്പോഴാണ് അപ്പോൾ ചിലപ്പം ഒരു പുരുഷന്റെ പുരുഷന്റെ കുറവ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന തരത്തിലുള്ള കഴിവുകൾ ഒരു സ്ത്രീക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ സ്ത്രീയുടെ കുറവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കഴിവ് ഒരു പുരുഷന് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് പരസ്പരം പൂരകങ്ങളാവുന്നത് അല്ലെങ്കിൽ പരസ്പരം ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റു പല ഫാക്ടേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിമാരിറ്റൽ മാരിറ്റൽ കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ അവരോട് പറയാനായിട്ട് നല്ലതായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം marital adjustment and compatibility. There are certain factors which influence marital adjustment and compatibility in the marital or couple relationship എന്തൊക്കെയാണ് റെഡിനെസ് ഫോർ മാരേജ് ആദ്യം തന്നെ റെഡിനെസ് അല്ലെങ്കിൽ വില്ലിങ്നെസ് ഉണ്ടാവണം എനിക്ക് വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ നമ്മുടെ ക്രിസ്ത്യൻ ഇതിൽ ചോദിക്കും നീ ഈ ഇന്നയാളെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ ഇന്നയാളെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണോ ആ റെഡിനെസ് ആ വില്ലിങ്നെസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് marriage as a revolt against parents ചിലപ്പം ഇത് ആയിട്ട് റിവോൾട്ടായിട്ട് വരാം pregnancy pregnancy dating distribution family and friend relationships money communication sex working woman ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്താലാണ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ഫാമിലി ലൈഫ് പോകാൻ സാധിക്കുള്ളൂ types of marital adjustment for adjustment എന്ന് പറഞ്ഞാൽ in for adjustment couples couple spends time energy and efforts in rearing of the family both partners sacrifice for the family just for അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി വി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ in we adjustment couple spends time energy and efforts for understanding each other and with each other ഒരു എൻ്റയർ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടുപേരും കൂടി ഒരുമിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു അഡ്ജസ്റ്റ് ചെയ്യുന്നു വി അഡ്ജസ്റ്റ്മെന്റിൽ പരസ്പരം മനസ്സിലാക്കാനും അറിയാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള adjustment marital conflict and maintenance of marriage marital conflict can be resolved by various ways some of the po- prominent of uh, these are uh, concession through accepting the spouse's view without presenting one's own viewpoints അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം accommodation both the spouses agree on the disagreements and decide to live with it compromise both partners through mutual consensus each to an agreement for family aggression through physical or verbal abuse problem solving skills both partners have healthy discussion on uh, for and against consequences and then reach an agreement Role of counsellor and family therapist pre marital guidance and counselling marriage and counselling family counselling family therapy ഇത്തരത്തിലൊക്കെ ഒരു കൗൺസിലറിന് ഒരു ഫാമിലി കൗൺസിലറിന് ഫാമിലിയെ സഹായിക്കാൻ സാധിക്കും separation, divorce, and future options. Separation and divorce in India. Um, uh, ഒരു ചെറിയ പെർസെൻറ്റേജ് എങ്കിലും ഈ സെപ്പറേഷൻ ആൻഡ് ഡിവോഴ്സ് ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട് ഈവൻ കേരളത്തിലായാലും എത്രയോ ഡിവോഴ്സ് കേസുകളാണ് കോർട്ടുകളിൽ ഓരോ ദിവസവും എത്തുക അതിനുള്ള കാരണങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പല കാരണങ്ങളുമുണ്ട് അപ്പോൾ ഈ സെപ്പറേഷൻ ഡിവോഴ്സും ഒക്കെ കുറയ്ക്കാൻ പാകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആസ് എ ഫാമിലി കൗൺസിലർ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് factors influencing separation and divorce the changing nature of marriage increasing independence incompatibility domestic disharmony and abuse marital infidelity changing laws changing societal attitude divorce divorce അങ്ങനെ ഇന്നിപ്പോ ഡിവോഴ്സ് നടക്കാന്നൊക്കെ പറഞ്ഞ അത്ര വലിയ പ്രോബ്ലമായിട്ട് ആരും കാണുന്നില്ല കാരണം അതൊരു ഒരു യൂഷ്വൽ പോലെ ഒരു കോമൺ കാര്യമായിട്ടുള്ളതെന്ന് പോലെയായി ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ issues associated with separation and divorce children psychological distress social network support and stigma separation divorce ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ കോൺസിക്വൻസ് എക്സ്പീരിയൻസ് ചെയ്യുക ചിൽഡ്രനാണ് കുട്ടികൾ അച്ഛനും അമ്മയും പാരൻസ് ബോത്ത് പാരൻസ് ഇല്ലാതെ ജീവിക്കേണ്ടത് വരുന്നതും അത് അവരുടെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് and psychological distress couples separated ആയി കഴിയുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ഡിസ്ട്രസ് ഇതൊരു വലിയ ഒരു കാര്യമാണ് കാരണം അവരെ സൊസൈറ്റി അവരെ കാണുന്ന ഒരു രീതി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഫാമിലി കാണുന്ന രീതി ഡിഫറെൻ്റ് ആണ് അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്ത് സ്വന്തം ആയിട്ട് അവനവനെ തന്നെ അംഗീകരിച്ച് മനസ്സിലാക്കി ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട് social network support and stigma social network വഴിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പക്ഷേ സപ്പോർട്ട് കിട്ടാം അല്ലെങ്കിൽ ഒരു ഇതൊരു സ്റ്റിഗ്മയായിട്ട് നിലനിൽക്കുന്നു sexual needs and everyday issues അത് സെപ്പറേറ്റഡ് ആയതിനു ശേഷം ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് ആഫ്റ്റർ ഡിവോഴ്സ് സെപ്പറേഷൻ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന problem sexual needs and everyday issues adjusting and coping after separation and divorce alternatives and future options after separation and divorce സെപ്പറേഷന് ശേഷം അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷമുള്ള ഓപ്ഷൻ എന്താണ് എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ്സ് ഉള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് singlehood single parenting co parenting remarriage intimate and emotional relationship patch up or establishing continue relationship with former spouse needs of the reconstituted individuals, re-establishing one's emotional balance uh, is an essential need for the divorced individual. Dealing with anger, support from parents, kin and friends, support of society and community, uh, a divorced individual needs help, support and guidance for child care, financial independence, healing at one's own pace, acceptance of the fact, pampering uh, one's own self, good nutrition and rest, satisfaction of one's own sexual needs, thinking positive. Okay, very separate. I told uh, individuals in there, need and role of the counselor and family therapist tips for counseling. General ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിരിക്കാൻ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് പോയാൽ മതി ആസ് എ ഫാമിലി കൗൺസിലർ എൻ്റെ എക്സ്പീരിയൻസിൽ നോക്കുവാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കപ്പിൾ റിലേഷൻഷിപ്പിൽ കപ്പിൾസ് കൗൺസിലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഒരു വ്യക്തി തനിച്ച് വന്നിട്ട് അവരുടെ പ്രോബ്ലം ഒരിക്കലും സോൾവ് ആവില്ല ഒരാൾ തന്നെ നമ്മുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വന്ന് അവരവരുടെ കാര്യം ഷെയർ ചെയ്യുന്നത് വഴിയായിട്ട് നമ്മൾ എക്സാക്ട്ലി എല്ലാം ശരിയാണെന്ന് അവർ പറയുന്നത് മാത്രമാണ് ശരി നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല മറ്റേ ആൾക്കും അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുകളും അവരുടേതായ പ്രോബ്ലംസും ഉണ്ടാവും അപ്പം നമ്മൾ ഒരിക്കലും ഒരാളെ കേട്ടിട്ട് നമ്മൾ അവർക്ക് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത് കപ്പിൾസ് അവർ അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അറിയണം എനിക്ക് എനിക്ക് ഈ ഒരു എൻ്റെ പാർട്ട്ണറുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം അപ്പൊ അത് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കൂട്ടരും ഒരുമിച്ച് വരികയും അവരെ രണ്ട് കൂട്ടരെയും സെപ്പറേറ്റ് അവരെ കേൾക്കുകയും അവരുടെ ആവശ്യം എന്താണ് ബേസിക് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി അത് എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അവർക്ക് ആ അവയർനെസ് കൊടുത്ത് ഒരു തീരുമാനം എടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ നമുക്ക് അവരെ സഹായിക്കാം നമുക്ക് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം നമ്മളിവിടെ ഈ ഒരു കോഴ്സ് നമ്മളിവിടെ കഴിയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന് ഇപ്പൊ ഇന്നലെ ഇന്നും ഇന്നും വരെ ഇന്നലെ മുതലുള്ള നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ ആസ് എ കൗൺസിലർ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിന് മുന്നേ ഉറപ്പിക്കട്ടെ നിങ്ങൾക്ക് എന്താ പറയുക അറ്റൻഡൻസ് ഇടാൻ മറക്കരുത് ആർക്കൊന്നും ചോദിക്കാനല്ലേ സിസ്റ്റർ എനിക്കൊരു ഡൗട്ടാണ് നമ്മുടെ മുന്നിൽ ഒരു കേസ് വരുമ്പോൾ അതായത് ഇപ്പൊ കറന്റ്ലി നമ്മൾ കേൾക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പൊ മദർ ഇൻ ലോന്റെ ഇഷ്യൂസ് അപ്പം അത് നമ്മുടെ മുന്നിൽ വരുമ്പം മകൻ ഒരിക്കലും അമ്മേനെ വിട്ട് നിൽക്കാനും വയ്യ പക്ഷെ വൈഫിനെ ഒരിക്കലും മാറ്റി നിർത്താനും വയ്യ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താ ഇപ്പൊ അവര് പറയണത് രണ്ട് ഭാഗത്ത് ചിലപ്പോ നമുക്ക് കേൾക്കുന്നത് രണ്ട് സൈഡും നമുക്ക് ശരിയായിട്ട് ഫീൽ ചെയ്യും ആ വൈഫ് എന്ന രീതിയിൽ അവള് പറയുന്നതും കറക്റ്റ് ആയിരിക്കും അമ്മ എന്ന രീതിയിൽ അവര് പറയുന്നതും കറക്റ്റ് ആയിരിക്കും ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ അമ്മ എന്ന് പറയുന്നത് വിഡോ ആയിരിക്കാം കാരണം മകന്റെ മകൻ ഒരു മകനായിരിക്കാം മകനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം അമ്മ ഇരിക്കണ്ടാവുക അതേപോലെ തന്നെ ആ പെൺകുട്ടിയും ആ ഭർത്താവിനെ വിശ്വസിച്ചാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ എന്താണ് നമുക്ക് അവിടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു സജഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുക ഇവര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിട്ട് അവിടെ തീർച്ചയായിട്ടും ഇതൊരു കോമൺ ഇഷ്യൂ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒത്തിരി ഞാനും അത്ര കേസുകൾ ഒത്തിരി ഡീല് ചെയ്യുന്നത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പൊ ഒരു വിഡോ ആണ് അമ്മ ഒരു വിഡോ ആണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ അതായത് നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ ഒരു പത്ത് അറുപതോ അറുപതില് എബവ് വയസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അമ്മയെ ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കാനോ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാനോ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമാണ് മകനും ഈ വൈഫിനും അപ്പൊ അവിടെ എനിക്ക് തോന്നുന്ന ചില സിറ്റുവേഷനിൽ മകന് ഒരു സ്റ്റാൻഡ് എടുക്കാം അതായത് അവനെ സംബന്ധിച്ച് അവൻ അമ്മയും ഇമ്പോർട്ടന്റ് ആണ് വൈഫും ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ മകന് കുറച്ചും കൂടി അമ്മയെ സ്വാധീനിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അമ്മ പറയുന്നത് എന്താണ് അല്ലെങ്കിൽ അമ്മയുടെ ആവശ്യം എന്താണ് ഒരു പക്ഷെ അമ്മ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ചിലപ്പം അമ്മയ്ക്ക് സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് ഒരു മകൻ മാത്രമുള്ള വീടുകളിൽ അമ്മയ്ക്ക് മകനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് അതുവരെ അമ്മയുടെ മകനായിരുന്നു അതിനുശേഷം ഇപ്പൊ ഒരു വിവാഹത്തിന് ശേഷം ഭാര്യ എന്ന നിലയിൽ ആ പെൺകുട്ടിക്കാണ് മകന്റെ മേല് കുറച്ചും കൂടി എന്താ പറയുന്ന സ്വാധീനം അല്ലെങ്കിൽ അവര് കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യണത് അപ്പൊ പക്ഷെ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ മകനെ വേറൊരു പെൺകുട്ടി സ്വന്തമാക്കുന്നത് കാണുമ്പോഴേ ചില അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മാരേജിന് ശേഷമാണെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അമ്മ അമ്മ ആണ് നോക്കുന്നത് ഈ മകളെ കൊണ്ട് നോക്കി ചെയ്യിപ്പത്തില്ല ചെയ്യിക്കത്തില്ല അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഫാമിലി കൗൺസിലിങ്ങിൽ അമ്മയെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ് അല്ലെങ്കിൽ എന്താണ് ഇഷ്യൂ അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് അത്തരം എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കി അമ്മയ്ക്ക് എന്തെങ്കിലും അവനസ് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം പിന്നെ അല്ലെങ്കിൽ ഇനി അമ്മ ഹെൽത്തി ഒക്കെയാണ് തനിച്ച് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇവർ കുറച്ച് നാളൊന്ന് മാറി നിൽക്കാനും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പൊ അമ്മയ്ക്ക് ഇനി ഇവർക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് താമസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് നിൽക്കുക അത്രയും സ്ട്രോങ് ആണ് പരസ്പരം നല്ല സപ്പോർട്ട് ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ ഈ പെൺകുട്ടിക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ അമ്മയിൽ നിന്ന് മാത്രം വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് അമ്മയും മോളും തമ്മിൽ അമ്മയും മരുമകളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഈ പെൺകുട്ടിക്ക് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുറെയൊക്കെ അവൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ ഒരു കേസിൽ എന്താണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കി അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കുന്നത് നല്ലതായിരിക്കാം അങ്ങനത്തെ കേസുകളിലൊക്കെ സിസ്റ്റർ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇന്നതെന്ന് ഒരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പറയാൻ പറ്റുകയില്ലല്ലോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും അതിനനുസരിച്ച് നമുക്ക് സൊല്യൂഷൻസ് പറയാം എന്നുള്ളത് മാത്രം ഡിസിഷൻ എടുക്കുന്നത് അവർ തന്നെയായിരിക്കില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ തന്നെയാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് സജഷൻ കൊടുക്കാം ഓക്കെ സിറ്റുവേഷൻ അവർ പറയുന്നത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓക്കെ എങ്ങനെയായാലും എന്തായിരിക്കാം അവരാണ് ഫൈനൽ ഡിസിഷൻ എപ്പോഴും അവർ തന്നെയാണ് എടുക്കുക Anything else to be added? Okay, uh, how was the uh, session today and uh, yesterday? Yesterday നമ്മൾ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ഇന്ന് എനിക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്ന കാരണം നിങ്ങൾ ഒത്തിരി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു thank you so much and നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളൊരു ഫീൽഡിലേക്ക് ഇറങ്ങാണ് ഓൾറെഡി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ പരസ്പരം നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമല്ലോ പ്രൊഫഷണൽസ് ആണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മളെപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ അതൊരു വലിയൊരു ലേണിംഗ് ആണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ അസൈൻമെന്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസൈൻമെന്റ്സ് എഴുതാം മറ്റ് ക്ലാസ്സുകൾ ഇനിയിപ്പം എല്ലാ ക്ലാസ്സുകളും കഴിയാൻ നോക്കി നിൽക്കണ്ട നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ സബ്മിറ്റ് ചെയ്ത് Okay, shall we uh, stop it? അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ് ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാണ് ചോദിക്കട്ടെ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടോ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച ഇനി നിങ്ങളുടെ ക്ലാസ് കിട്ടിയിട്ടില്ല കാരണം നമുക്കിത് ടൈം ഷെഡ് ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് റീജിയണൽ സെന്റർ കൊടുത്തിട്ട് അവര് നമുക്ക് ലിങ്ക് അയച്ചു തരുമ്പോഴാണ് ഫൈനൽ അപ്രൂവൽ അവിടുന്ന് കിട്ടുന്നത് അപ്പൊ നമുക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് വന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പൊ നിങ്ങൾ എന്താണേലും ശനിയും ഞായറും നിങ്ങൾ ക്ലാസ് ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു വേറെ കമ്മിറ്റ്മെന്റ് ഒന്നും എടുക്കാതെ all sister attendance sister God bless you all thank you attendance ഇടാത്തവരുണ്ടെന്ന് തോന്നുട്ടാ ഒന്ന് രണ്ട് പേര് അറ്റൻഡൻസ് ഇടാത്തവരുണ്ട് താങ്ക് യു മിസ്